ഇതുള്ളൂ വേറെ ഒന്നും വന്നിട്ടില്ല കുറച്ച് പേരോടൊക്കെ വികാരിക്കും നാല് പേരെ ആകെ വന്നിട്ടുള്ളൂ പിന്നെ സർ ക്ലിയർ അല്ല പറയുന്ന കേൾക്കുന്നില്ലേ ആ ഇപ്പൊ കേക്കാം good Good afternoon. Good afternoon, Reshmi. ഫീസിൻ്റെ കാര്യത്തിലൊരു ക്ലിയർ ആവണില്ല രശ്മി പറയുന്നത് ക്ലിയർ ആണ് അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് അതിപ്പോ നമ്മൾ തേർട്ടീൻത്ത് തന്നെ സൈറ്റിലാണോ ഡേറ്റിന്റെ കാര്യം നിങ്ങളെ അറിയിക്കും അറിയിക്കുന്നത് ഇപ്പം എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ സൈറ്റിൽ തന്നെ അതിനുള്ള ഇൻഫർമേഷൻസ് വരും അപ്പൊ നമ്മള് എല്ലാ സബ്ജക്റ്റും വേറെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിന്റെ ഫ്രണ്ട് ഷീറ്റ് പിന്നെ രണ്ട് വേറെ ഇവാലുവേഷൻ ഷീറ്റും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് സ്പൈറൽ ബൈൻഡ് ചെയ്തോ അല്ലാണ്ട് ബൈൻഡ് ചെയ്തോ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഈ ഷീറ്റ്സ് ഒക്കെ വേണം ക്വസ്റ്റ്യൻ പേപ്പർ വേണം ഓരോ okay thank you sir hello sir hello ആ സാർ അസൈൻമെന്റ് ഓക്കെ ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഇത് കൂടുതലാണ് എം ബി കൂടുതലാണ് അപ്പം അഞ്ചും ഒരുമിച്ചാണ് അയക്കേണ്ടത് അത് കംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് മാക്സിമം പറ്റണില്ല അത് ഇനിയും കംപ്രസ് ചെയ്യണം അയക്കണമെങ്കിൽ കംപ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ അതല്ല ഞാൻ സെപ്പറേറ്റ് അഞ്ചും ഒരുമിച്ചാണോ ഒരു ഫാക്കൾട്ടി ആയിട്ട് അഞ്ച് നോക്കണം അത് നമുക്ക് സെപ്പറേറ്റ് നോക്കാൻ ഓരോ സബ്ജക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അയച്ചാൽ മതി അഞ്ച് ഫയലായിട്ട് അയച്ചാൽ അഞ്ചും അഞ്ച് മെയിലായിട്ട് അയച്ചോട്ടെ അഞ്ച് ഫയലാണ് അഞ്ച് പി ഡി എഫ് ഫയലാണ് അഞ്ച് സെപ്പറേറ്റ് മെയിലായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഓക്കെ മതി അല്ലേ കുഴപ്പമില്ല അല്ലേ എന്തോ പിന്നെ അടുത്ത് തന്നെ ആണെങ്കിൽ ഡീപോളിന്റെ അടുത്ത് തന്നെ ആണെങ്കിൽ ഡീപോൾ സെന്റർ ആണ് ഇതായത് സെന്റർ ആണ് പക്ഷെ ഞാനിപ്പോ ഖത്തറിലാണ് ഒന്നുമില്ല മെയിൽ അയച്ചാൽ മതി അഞ്ച് മെയിൽ അയച്ചു മെയിൽ അയച്ചാൽ അഞ്ചായിട്ട് അയക്കല്ലേ thank you sir okay good afternoon നമുക്കെന്താ പതുക്കെ തുടങ്ങിയാലോ രണ്ടേകാല് ആവുന്നില്ലേ അപ്പം കുറച്ച് പേരുടെയൊക്കെ വരുമെന്ന് വിശ്വസിക്കാം അവർ വന്നോട്ടെ അതൊക്കെ തുടങ്ങാം കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണോ കേൾക്കാം സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇന്ന് നമ്മള് മൂന്നാമത്തെ ബ്ലോക്ക് അതായത് നമ്മുടെ ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിന്റെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണ് നാല് മൊഡ്യൂൾസ് നോക്കിയതുകൊണ്ട് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ബ്ലോക്കിൽ social work as a profession അതിന്റെ values ethical principles decision making അങ്ങനെ കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഇനി ഈ ഒരു ബ്ലോക്കിൽ ഇതിന്റെ യൂണിറ്റ്സ് നാല് യൂണിറ്റ്സിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുക social work concepts and primary methods എന്നുള്ള ഒരു ഏരിയയാണിത് അപ്പം ഇവിടെ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ basic concepts of social work social വർക്കിൻ്റെ കുറേ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട് സൊസൈറ്റി എന്നുള്ള വാക്ക് സോഷ്യൽ എന്നുള്ള വാക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ വാക്കുകൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് വരുന്ന കുറേ കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുക ആദ്യത്തെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് അതിന്റെ പ്രൈമറി മെത്തേഡ്സിലെ ആദ്യത്തെ മെത്തേഡായ സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ച് പഠിക്കുന്നു പിന്നുള്ള അടുത്ത യൂണിറ്റിൽ നമ്മൾ ഗ്രൂപ്പ് വർക്ക് എന്താണ് കുറിച്ച് പഠിക്കുന്നു ലാസ്റ്റ് ഡീറ്റെയിൽഡ് അല്ല ജസ്റ്റ് എന്താണ് കേസ് വർക്ക് എന്താണ് ഗ്രൂപ്പ് വർക്ക് അങ്ങനെ ഒരു ഹൈലൈറ്റ് ഈ ഒരു വരും പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം സബ്ജക്ട്സ് ആയിട്ട് വരും കേസ് വർക്ക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ് ഗ്രൂപ്പ് വർക്കും ഒരു സബ്ജക്റ്റ് ആണ് അതുപോലെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും പിന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നമുക്ക് ഈ ഒരു നാല് യൂണിറ്റിന് എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ് പഠിച്ചു എന്താണ് സോഷ്യൽ വർക്ക് നമ്മൾ പഠിച്ചു ഐ എഫ് എസ് ഡബ്ല്യൂൻ്റെ വലിയ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അതിനുശേഷം എന്താണ് social work as a profession charity voluntary organisation voluntary action അതിൽ നിന്നൊക്കെ എങ്ങനെ സോഷ്യൽ വർക്ക് പ്രൊഫഷനിലേക്ക് നമ്മൾ എത്തി ചാരിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പൊ ഇവിടെയും ചാരിറ്റി വോളണ്ടറി ആക്ഷൻ അതിൽ നിന്നും സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിലേക്കാണ് വരിക ഇപ്പം പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റിയാണ് സോഷ്യൽ വർക്കിന്റെ മറ്റൊരു ഭാവത്തിൽ ഉണ്ടായിരുന്നത് വേറൊരു രൂപത്തിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഈ വോളണ്ടറി ആക്ഷൻ വരുന്നു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം മനസ്സിലാക്കിയതാണ് പിന്നെ വോളണ്ടറി മാനുവൽ ലേബർ അതായത് സോഷ്യൽ വർക്കിന്റെ വേറൊരു ആസ്പെക്ട് ആണ് ശരിക്കും ശ്രമധാൻ അല്ലെങ്കിൽ വോളണ്ടറി മാനുവൽ ലേബർ എന്ന് പറയുന്നത് നമ്മൾ ഗാന്ധി ജയന്തിക്കൊക്കെയാണ് വേണ്ടി ശ്രമദാനം നടത്തിക്കൊണ്ടിരുന്നത് ഒരു വോളണ്ടറി വർക്കാണ് അപ്പം അത് മാനുവൽ ലേബർ ആണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഹാൻഡ് മീൻസ് ഡൊണേഷൻ നമ്മൾ ടുഗദറായിട്ട് നിന്നിട്ട് ഒരു വോളണ്ടറി ആക്ഷനിലൂടെ ഒരു കളക്റ്റീവ് ഗുഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അതാണ് ശ്രമദാൻ എന്ന് പറയുന്നത് കുഡ് ബി എനിത്തിങ് അപ്പം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറേ സർവീസ് സ്കീംസുകളൊക്കെ നമുക്കറിയാം N S S N C C അതുപോലെ നാഷണൽ റീകൺസ്ട്രക്ഷൻ കോർപ്സ് അങ്ങനെയുള്ള കുറെ അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് ലയൻസ് ക്ലബ് അവരൊക്കെ ഒത്തിരി വോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ ശ്രമദാനൊക്കെ ചെയ്യുന്നവരാണ് അപ്പം അതിൽ നിന്നും ഇങ്ങനെ മൂവ്മെന്റ്സിലേക്ക് നമ്മൾ വരുന്നത് അപ്പൊ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മൂവ്മെന്റ് എന്നതാണ് സോഷ്യൽ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെന്റ് അപ്പൊ എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള ബ്രീഫ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വേരിയസ് ആയിട്ടുള്ള കളക്റ്റീവ് ആക്ഷൻസിന്റെ ഒരു ഫോമാണ് സോഷ്യൽ റീ ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ എയിം എന്ന് പറയുക അപ്പം ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒരു സൊസൈറ്റിയിലുണ്ട് കുറേ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ടാത്തതാണ് ആക്ച്വലി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് അപ്പൊ അതിനെ നമ്മൾ ചില കളക്റ്റീവ് ആക്ഷനിലൂടെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാനായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേരിയസ് ഫോംസ് ഓഫ് കളക്റ്റീവ് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അവർ യുണൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ മനോഭാവങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നു എന്നിട്ട് അവർ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യലി ഓർഡേഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് ഉപയോഗിച്ചിട്ട് ഫങ്ഷൻ ചെയ്യുന്നു അപ്പൊ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അപ്പം അതാണ് ഒരു മീനിങ് ആയിട്ട് മാറ്റൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു കളക്റ്റീവ് ആക്ഷൻ ആണ് so it is a social movements എന്ന് പറയുന്നത് that may be seen as a deliberate and collective action that is undertaken by people without any established institutional structure. Without any established institutional structure to bring about changes in society to, to be desirable and essential for enabling them to lead a decent and dignified life in accordance with normative standards. അതായത് എല്ലാ മനുഷ്യനും അവൻ അവൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അതൊരു ചേഞ്ചിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് കുറെ പേര് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ആക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എ ആർ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സാധ്യമായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക social movement. So it is related to social change. Social movement is for social change ഇതാണ് ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ റീഫോം ഒരു പുനർരൂപം നമ്മൾ ഉണ്ടാക്കുകയാണ് സോഷ്യൽ റീഫോം ഇപ്പൊ ഈ ഒരു ടേം പറയുന്നുണ്ട് സോഷ്യൽ ടേം റീഫോം എന്ന് പറയുന്നത് എന്താണ് improvement or amendment of what is wrong corrupt unsatisfactory etcetera ഒരു സമൂഹത്തിൽ കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും കറപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും നമുക്കൊട്ടും ഇഷ്ടമല്ലാത്ത നമ്മുടെ സംതൃപ്തി ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇല്ലാണ്ടാക്കുകയാണ് എന്നിട്ട് പുതിയ ഒരു രീതിയിലേക്ക് ഒരു പുതിയ ഭാവത്തിലേക്ക് നമ്മൾ മാറുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഒരവസ്ഥയാണ് നമ്മൾ സോഷ്യൽ റീഫോം എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ റീഫോം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഡെലിവറേറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് അത് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് social attitude culturally defined role expectations അതുപോലെ actual pattern of behaviour of people അതൊരു ഡിസൈഡ് ആയിട്ടുള്ള ഡിറക്ഷനിലേക്ക് നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് അതായത് സൊസൈറ്റിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു രീതിയുണ്ട് ആ ഒരു സൊസൈറ്റിയുടെ ബെറ്റർമെന്റ് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഡിറക്ഷനിലേക്ക് നമ്മൾ പോകുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഒരു രൂപമാറ്റം സൊസൈറ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്നു ഇതിനെയാണ് നമ്മൾ സോഷ്യൽ റീഫോം എന്ന് പറയുന്നത് അപ്പം ഇതും ഡെലിബറേറ്റ് ആയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള നോൺ വയലന്റ് അറ്റംപ്റ്റ് ആണ് ഇവിടെ നോൺ വയലൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ആരെയും ഇവിടെ ഒരു വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഹാം ചെയ്യുന്നതായിട്ടൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു നോൺ വയലന്റ് അറ്റംപ്റ്റ് ആണ് അത് ഒരേപോലെ ചിന്തിക്കുന്ന അതായത് ഇപ്പോൾ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഏക മനസ്സായിട്ട് വരുന്ന കാര്യമാണ് അത് eradicate immoral unhealthy corrupt and wrong practices hurting human and social development മനുഷ്യന്റെ വളർച്ചയെ മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയെ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനെ തടഞ്ഞു നിർത്തുന്ന ഏതൊക്കെ തരത്തിലുള്ള വേണ്ടാത്ത പ്രാക്ടീസസിനെയും നമ്മൾ ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എല്ലാം ഒത്തിരി നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും അതിനെയാണ് നമ്മൾ അങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു അറ്റംപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക സോഷ്യൽ റീഫോം എന്ന് പറയുക അപ്പം സമൂഹത്തിന് ഒരു പുതിയ രൂപം കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കാണ് മനസ്സിലാവുന്നുണ്ടോ hello follow me social movement ഒക്കെ നമ്മൾ ഇനി വരുന്ന സബ്ജക്ട്സ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കും ഒരുപാട് സോഷ്യൽ മൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട് ഇവരെയൊക്കെ നമ്മൾ പഠിക്കും അപ്പം തന്നെ സോഷ്യൽ മൂവ്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലരുടെയൊക്കെ പേരുകൾ ഒക്കെ നമുക്ക് അറിയില്ലേ അല്ലെങ്കിൽ ചില സംഘടനകളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കുറെ ഉണ്ട് ഇപ്പൊ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സംഘടന പോലെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അതായത് ഇല്ലാത്ത കാര്യം അതായത് ഒത്തിരി കാര്യങ്ങളോട് അതൊന്നും വേണ്ട അങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്ന കുറെ സോഷ്യൽ ഈഗിൾസ് പ്രാക്ടീസസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം അപ്പൊ സോഷ്യൽ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ രാജാറാം മോഹൻ റോയിയുടെയും അംബേദ്കറിന്റെ ഒക്കെ കാലഘട്ടം മുതലേ ഉണ്ട് അല്ലെ ഇപ്പം സതി ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സതി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇല്ല ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യം അപ്പൊ അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം എന്നിട്ട് പുതിയ ഒരു ജീവിത ഒരു ചര്യ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് അവിടെ ഈ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ട്രാൻസ്ഫോർമേഷനാണ് ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ട് അപ്പൊ അത് തന്നെയാണ് സോഷ്യൽ റീഫോമിൽ സംഭവിക്കുക വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റും സോഷ്യൽ റീഫോമേഴ്സ് ഇപ്പം രാജാറാം മോഹൻ റോയ് സോഷ്യൽ റീഫോമറാണ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം സതിയിൽ നിന്നൊക്കെ സതി പോലെയുള്ള സാമൂഹിക വിപത്തുകളെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി അപ്പൊ അയ്യങ്കാള് റിഫോമറാണ് ശ്രീനാരായണ ഗുരു റിഫോമറാണ് അംബേദ്കർ റിഫോമർ ആണ് അപ്പം റിഫോമേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രീ ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും അത് സോഷ്യൽ വർക്കിന്റെ മറ്റ് പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം ദെൻ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ടേം അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇനി articulated pattern of connection in the social relations of individuals groups and other collectivities. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കിന്റെ ഒരു ബാലൻസിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഇന്റർ കണക്ഷൻസ് എപ്പോഴും നമുക്ക് കൊണ്ടുവരും അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഇതെന്ന് പറയുക അതായത് ഒരേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് ചില ഓർഗനൈസേഷൻസ് ഉണ്ടാകും അതുപോലെ മറ്റൊരു കൂട്ടം അവരുടെ വേറൊരു ഓർഗനൈസേഷൻസ് ഉണ്ടാകും ഇവരെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദർ ഇന്റർലിങ്ക്ഡ് അപ്പം അവർക്കൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സാമൂഹിക നന്മ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ അപ്പോൾ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അസോസിയേഷൻസ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് voluntary organisations charity based organisations non governmental organisations അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെല്ലാം തന്നെ ഒരേ രീതിയിലുള്ള ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്താ സോഷ്യൽ ഡെവലപ്മെന്റ് അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാനുകൾ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അതായത് പരസ്പരം ഏകോപിപ്പിച്ച് അവരെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ അതിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് ഇവിടെ പറയുക അപ്പം ഇത് ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇപ്പം നമ്മളിവിടെ understanding of the NGOs, VOs, CBOs, അതായത് non government organisations voluntary organisations charity based organisations അപ്പം ഇങ്ങനെയുള്ള ഓരോന്നും പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഏരിയയിൽ സ്പെസിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരവരുടേതായിട്ടുള്ള നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോരുത്തരും ഓരോ ഡെവലപ്മെന്റ് സെക്ടറിലേക്ക് വർക്ക് ചെയ്യുന്നവരായിരിക്കും ചിലർക്ക് കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലർക്ക് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് പിന്നെ എല്ലാ എൻ ജി ഒസ് അല്ലെങ്കിൽ V O C B S എന്നൊക്കെ പറയുന്നവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു commonly agreed code of conduct എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് അവർക്ക് ഉണ്ട് ഇതൊക്കെയാണ് അവിടെ ഇതായിട്ട് എന്താ പറയുക അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട് സോഷ്യൽ വർക്ക് സോഷ്യൽ സർവീസ് ഇത് രണ്ടിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് പക്ഷെ ഒരുപാട് സാമ്യങ്ങളുണ്ട് ഇവിടെ സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹെൽപ്ഫുൾ ആക്ടിവിറ്റിയാണ് എപ്പോഴും സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അൻ ആക്ട് ഓഫ് ഹെൽപ്ഫുൾ ആക്ടിവിറ്റി സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് സർവീസ് ആയിട്ട് പറയാം ഇവിടെ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാം primarily and directly concerned with the conservation protection and the improvement of human resources resources. അപ്പോൾ സാമൂഹിക ഹ്യൂമൻ റിസോഴ്സസ് അപ്പം അതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരു കൺസേണോട് കൂടി വർക്ക് ചെയ്യും അപ്പം വളരെ ഒരു എന്താ പറയുക ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്ത് എല്ലാവരുടെയും റിസോഴ്സസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇത് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നല്ല വെൽഫെയർ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും സോഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക അപ്പം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഒത്തിരി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് അവരുടെ റോളുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് അവർക്ക് അവരുടെ എന്താ പറയുക ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം സർവീസസ് ആണ് എപ്പോഴും നമ്മൾ സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു ടൈമാണ് സോഷ്യൽ വെൽഫെയർ സർവീസസ് എന്ന് പറയുന്നത് കാരണം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഏത് രീതിയിലാണ് ഒരു പ്രക്ഷം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു വെൽഫെയർ വേണ്ടത് ആ രീതിയിലുള്ള സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഇവിടെ സോഷ്യൽ സർവീസസിനുണ്ട് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പം അത് ഇവിടെ നമ്മൾ പറയാം it may include social service എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് സർവീസസ് എന്ന് പറയുന്നത് it may include social assistance social insurance child welfare corrections mental hygiene public health education recreation labour protection and housing അപ്പൊ എല്ലാ മേഖലകളിലും വെൽഫെയറിന്റെ ഒരു ആവശ്യമുണ്ട് അപ്പൊ ആ രീതിയിലുള്ള സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ വെൽഫെയർ സർവീസസ് എന്നുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഈ സോഷ്യൽ സർവീസസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സൊസൈറ്റി തന്നെ വിഷ്വലൈസ് ചെയ്യുന്നു they are visualised and organised by society or state അതുപോലെ ഈ ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം തന്നെ directly benefit all sections of the society അതിപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമല്ല ഒരു സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനുകൾക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോട് കണ്ടെത്തുന്നു അതുപോലെ services encompasses everything having a direct bearing on the quality of life of people ജനങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഗുണം അതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ the services aim at promoting human and social development മനുഷ്യന്റെയും അതുപോലെ സമൂഹത്തിന്റെയും ഡെവലപ്മെന്റ് പുരോഗതി ഉദ്ദേശിച്ചു തന്നെയാണ് ഇങ്ങനെയുള്ള സർവീസുകൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ സോഷ്യൽ സർവീസുകൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ സോഷ്യൽ ഡെവലപ്മെന്റ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ടേമാണ് ശരിക്കും സോഷ്യൽ ഡിഫൻസ് എന്ന് പറയും നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വാക്കുകൾ ഇതെല്ലാം ഈ വാക്കുകളെല്ലാം നമുക്ക് പുതിയതല്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് പക്ഷെ സോഷ്യൽ വർക്കുമായിട്ട് അതിന്റെ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു തിയററ്റിക്കൽ ബേസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചില ചിന്താഗതികളാണ് നമ്മൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക ഇവിടെ സോഷ്യൽ ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ confines to the treatment and welfare of persons coming in conflict with law അപ്പൊ നമുക്കറിയാം നമ്മുടെ നിയമവുമായിട്ടൊക്കെ ചില തർക്കങ്ങൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോ ജൂറിസ്ഡിക്ഷൻ ഇതുമായിട്ടൊക്കെ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ചില വ്യക്തികൾക്ക് ഉണ്ടാവും ഇല്ലേ അപ്പൊ നമ്മൾ പലപ്പോഴും ചില നിയമങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ചിലർക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ആ രീതിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ നമ്മൾ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള നിയമത്തിൽ whether I am okay or not അല്ലെ ആ രീതിയിൽ നമ്മൾ പരിരക്ഷിക്കപ്പെടുന്നതിനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എപ്പോഴും പറയുക സോഷ്യൽ ഡിഫൻസ് എന്ന് അപ്പൊ ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആണ് made by society to defend itself against the onslaught of disruptive forces which endanger its law and order impending its socio economic development അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് വഴിയായിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു സോഷ്യൽ ഓർഡർ നമുക്ക് ഫോം ചെയ്യപ്പെടും അതുപോലെ തന്നെ സോഷ്യൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന പോലെ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു സ്ഥിരതയെ ദൃഢതയെ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പല ഫോഴ്സസിനെയും നമുക്ക് ഇല്ലാണ്ടാക്കാൻ തടഞ്ഞു നിർത്താനും ഈ സോഷ്യൽ ഡിഫൻസിലൂടെ നമുക്ക് സഹായിക്കുന്നു then social defence includes measures to prevention and control of juvenile delinquency and crime അപ്പൊ എന്തൊക്കെയാണ് പ്രിവെന്റ് ചെയ്യുന്നത് സോഷ്യൽ ഡിഫൻസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് control of juvenile delinquency and crime welfare services in prisons അത് നമുക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ ഒരു the areas of social defence ആണ് ഉദ്ദേശിക്കുക after care services for discharge prisons probation services suppression of immoral traffic prevention of ഡെബറി and rehabilitation beggars then Uh, rehabilitation of burglars, then prevention and control of drug abuse and alcoholism, and treatment and rehabilitation of the affected അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ സോഷ്യൽ ഡിഫൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏരിയ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കറക്ഷൻ സർവീസസ് എന്ന് ചിന്തിക്കാറില്ല ഇപ്പം ഒരു ലോ ലോ uh, അല്ലെങ്കിൽ റെഗുലേഷൻ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ശരിക്കും കോൺസെപ്റ്റ് ആണ് ശരിക്കും സോഷ്യൽ ഡിഫൻസ് എന്ന് പറയുക കറക്ഷണൽ സെറ്റിംഗ്സിലൊക്കെ ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ എന്താണ് റീഹാബിലിറ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് പുനരധിവാസം അതാണ് സംഭവം അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ we are bringing them back to the normal situation ഒരു തെറ്റ് ചെയ്ത് ഒരാൾ അകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചാൻസ് കൊടുക്കണം we are giving him a chance അപ്പം അത് അയാൾക്ക് തിരിച്ച് സൊസൈറ്റിയിലേക്ക് വീണ്ടും അയാളെ തന്നെ കണക്ട് ചെയ്യുക ആ കോണ്ടാക്റ്റിലേക്ക് അയാളെ കൊണ്ടുവരിക so we are bringing them back to the normal situation അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എപ്പോഴും ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്ഷണൽ സെറ്റിങ്സിലും അതുപോലെ പ്രിസൻസിലും ഒക്കെ ഇങ്ങനെയുള്ള ചില സർവീസസ് സോഷ്യൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയാണ് സാമൂഹിക സുരക്ഷ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും it is defined as the security that society furnishes through appropriate organisation against certain risk to which its members are exposed. അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനേഷൻ ആണിത് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊസൈറ്റി ഫേർണിഷ് ചെയ്ത് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തിലൂടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലൂടെ അവർക്ക് ആവശ്യ അതിന്റെ മെമ്പേഴ്സിന് അവർ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ ബിലോങ്ങിങ്സ് ആയിക്കൊള്ളട്ടെ അവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങളായിക്കൊള്ളട്ടെ അതിന് കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോവുക അവർക്കൊരു സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളത് അപ്പൊ ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് as a programme of protection provided by society against those contingencies of modern life sickness പിന്നെ unemployment old age dependence industrial accidents and invalidism invalidism which the individual by his own ability of society cannot protect himself for his family അപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ച് എഴുതി കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല അവർക്ക് പോലും ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ three major forms of social എന്നെ കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ ഇൻഷുറൻസ് അതുപോലെ public social assistance and public or social services ഇതാണ് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത് പല രൂപത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഷുറൻസും public social assistance and public social services അതാണ് ഇനി അടുത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് അത് നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം വളരെ ഡെലിബറേറ്റ് ആയി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണ് അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല അത് സൊസൈറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് തന്നെയാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ക്യാരക്ടർ പറയുന്നത് it protects people against different types of contingencies biological economic or even bio economic the confront people from cradle to grave അപ്പം ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അവന് എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നും അവനെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെയുണ്ട് ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് then social welfare okay social welfare അത് നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു വെൽഫെയർ എന്നുള്ള വാക്ക് ഡെവലപ്മെന്റിന്റെ മറ്റൊരു എന്താ പറയുക പകരം വെക്കാവുന്ന ഒരു വാക്കാണ് ഒരു സിനോണിം പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഇവിടെ വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ് welfare connotes the state or condition with regard to good fortune health happiness prosperity etcetera ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മെച്ചം അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ ഒരു നന്മ ഉണ്ടാവുക എന്നുള്ള ഒരു ഇതാണ് അതാണ് സോഷ്യൽ വെൽഫെയർ ഉയർച്ച അതിനെയാണ് നമ്മൾ എപ്പോഴും വെൽഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ടേം എന്താണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത് അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ definition for the social welfare refers to the entire package of services social and economic that deal with income support, welfare provisions, and social security on one hand and the whole range of social services on the other. ഒരു വ്യക്തിക്ക് നമുക്കിപ്പോൾ അറിയാം നമ്മൾ വെൽഫെയർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക് ഒരു ബേസിസിലാണ് കാര്യം എന്താ ഇവന് ഭക്ഷണം കഴിക്കണം അവന് നിലനിൽക്കണം എന്നുള്ള ഒരു വെൽഫെയർ മെഷേഴ്സ് അപ്പം അതിന് കഴിവില്ലാത്തവരെ നമ്മൾ ഒത്തിരി സഹായിക്കുന്നു അങ്ങനെ സഹായിക്കുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ വെൽഫെയർ എന്ന് പറയും പക്ഷേ അത് മാത്രമല്ല ഒരു സോഷ്യോ ഇക്കണോമിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രോഗ്രാം മാത്രമല്ല സോഷ്യൽ വെൽഫെയർ സർവീസസ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് മറിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിലും എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ഹെൽത്തിങ്കിൽ അങ്ങനെ അതിലെല്ലാത്തിലും ഒരു വെൽഫെയർ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇത് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോമലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യലി സ്പോൺസർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഏജൻസീസ് ഉണ്ട് അതുപോലെ പ്രോഗ്രാംസ് ഉണ്ട് ഒത്തിരി ഏജൻസികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നുണ്ട് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് to improve the economic conditions health or interpersonal competence competencies of some part or all of the population അപ്പോൾ ആവശ്യമുള്ള ഏരിയയിൽ അപ്പം ചിലരുടെ ഇടങ്ങളിൽ വെൽഫെയർ ഓൾറെഡി അവർക്ക് ഉണ്ടായിരിക്കാം വേറൊരു ഗ്രൂപ്പിന് ഇല്ലായിരിക്കാം അപ്പം അവരെ മാത്രം നമ്മൾ ലക്ഷ്യം വെക്കുന്നു ഒരു അപ് ടു സം എക്സ്റ്റെൻഡ് മാത്രമല്ല എല്ലാവരുടെയും ഒരു പരിധി വരെ എല്ലാവരുടെയും തന്നെ വെൽഫെയർ നമ്മൾ ഒരു സൊസൈറ്റിയിൽ എല്ലാവരുടെയും തന്നെ വെൽഫെയർ നമ്മൾ അഷ്വെയർ ചെയ്യും അപ്പൊ ആ രീതിയിലുള്ള സർവീസസിനെയാണ് നമ്മളെപ്പോഴും സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ വെൽഫെയർ സർവീസസ് എന്ന് വിളിക്കുക അപ്പൊ ഇവിടെ ചില സോഷ്യൽ വെൽഫെയർ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില മേജർ ട്രെയിൻസിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട് സോഷ്യൽ വെൽഫെയർ സർവീസ് അല്ലെങ്കിൽ ഏജൻസി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഒരു സോഷ്യൽ സ്പോൺസർഷിപ്പ് ഉണ്ട് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുവെച്ചാൽ സമൂഹത്തിന്റെ ഒരു പ്രതിബദ്ധത കാണിക്കത്തക്ക രീതിയിലുള്ള ഉത്തരവാദിത്വം അതുപോലെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് അവിടെ ഉണ്ട് then absence of profit motive ഇവിടെ എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല മറിച്ച് ഡെവലപ്മെന്റ് മാത്രമാണ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ integral view of human needs മനുഷ്യന്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ള വളരെ നല്ല ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട് അതുപോലെ വീക്ഷണം അവിടെ ഉണ്ട് അതുപോലെ ഒരു direct focus on human consumption needs മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് അവരുടെ കൺസംഷൻ നീഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു ഡയറക്റ്റായിട്ടുള്ള ഒരു ഫോക്കസ് അവിടെ ചെയ്തിട്ട് അവനെ അവരെ സഹായിക്കുന്നു ആ ഒരു ഏരിയയിൽ വെൽഫെയർ ഉണ്ടാക്കിയിട്ട് ആ നീഡ് ഫുൾഫിൽ ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കുന്നു ഇതൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ആശയം ഈ സോഷ്യൽ വെൽഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ വെൽഫെയറിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പറഞ്ഞതുപോലെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ് system of services and through the institutions അല്ലെങ്കിൽ ഏജൻസീസ് ഏജൻസി വഴിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് നമ്മൾ ഒത്തിരി പ്രോഗ്രാമുകൾ ഓർഗനൈസ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ കൊടുക്കുന്നു അപ്പോൾ അത് വളരെ ബോധപൂർവമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് then specifically catering to the needs of the weaker and vulnerable sections of the society ഇതിന്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് സൊസൈറ്റി ആണെങ്കിലും ആ സമൂഹത്തിലുള്ള വീക്കർ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കഴിവില്ലാത്ത സർവീസസ് വൾണറബിൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നവർക്ക് സർവീസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീക്കർ സെഷൻസ് അല്ലെങ്കിൽ വണ്ടറബിൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഉന്നമനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഉയർച്ചയ്ക്ക് സാധ്യമായിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നു ദെൻ ഇത് ഇങ്ങനെയുള്ള വെൽഫെയർ ഏജൻസികളുടെ കൂടുതലായിട്ട് ചെയ്യുന്നത് വെച്ചാൽ they always try to promote and protect the interest of vulnerable, enabling them to realize potential potentials, and abilities that they may have അവരുടെ ജീവിതത്തിൽ അവരെ ഒന്ന് ഉന്നമനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ കഴിവുകളുണ്ട് അതിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഇങ്ങനെയുള്ള social welfare agencies and institutions ആണ് അതും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുന്നു ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ് ഇത് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് എവിടെയാണ് കേട്ടത് എവിടെയാണ് സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ വാക്ക് കേട്ടത് എവിടെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ സോ കുറച്ച് ശ്രദ്ധിക്കുക കേട്ടോ എനിക്കറിയാം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ തന്നെ നെറ്റ്വർക്കിന് വല്ലാത്തൊരു ഇഷ്യൂസ് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സോ ബി അലർട്ട് നന്നായിട്ട് അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഏതാ സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ എവിടെയായിരുന്നു കേട്ട കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് കേട്ടത് ഓർമ്മയുണ്ടോ നാടാണല്ലേ വാല്യൂസ് പഠിച്ചായിരുന്നോ വാല്യൂസ് വാല്യൂസിൽ എത്ര വാല്യൂസ് ഉണ്ട് സോഷ്യൽ വർക്ക് വാല്യൂസ് ഒരു റീക്യാപ്ചർ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദ്യോത്തരം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരാളോട് ചോദ്യം ചോദിക്കാൻ പോവാണ് ആള് പറയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള സോഷ്യൽ വാല്യൂസ് ഏതൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ കുറച്ച് പേരെ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തു നിങ്ങൾ പക്ഷെ ആരും കാണുന്നില്ലല്ലോ ഉറങ്ങുവാണല്ലോ ശ്രീകുമാർ okay, പ്രസന്റ് ആ പ്രസന്റ് എനിക്ക് മനസ്സിലായി ഞാനൊരു പേരുണ്ട് എന്താണ് ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് മത്സര ഒപ്പീനിയൻ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുന്നില്ല ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് പറഞ്ഞായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പൊ അവധി എവിടെയാണ് എന്താണ് പറഞ്ഞത് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് നമ്മള് വാല്യൂസ് കോർ വാല്യൂസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതുണ്ടോ സർവീസ് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട് പിന്നെ ഇന്റഗ്രിറ്റി ഓർക്കുന്നുള്ളൂ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ട് കോമിറ്റൻസീസ് ഉണ്ട് അങ്ങനെ ആറ് കോർ വാല്യൂസ് നമ്മൾ പഠിച്ചു അതിൽ സർവീസ് സോഷ്യൽ സർവീസ് ആയിട്ട് നമ്മൾ ഇതിൽ തോന്നും കണ്ടു പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ടേം ആണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റിസിനെ കുറിച്ച് അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു ഷെയർ ചെയ്തു അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നീതി എന്നുള്ള ഒരു വാക്ക് അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഓക്കെ ഇപ്പം ഈ നീതിക്ക് എപ്പോഴും എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരിതാണ് ഇനിക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്നത് അപ്പം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്കറായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വളറബിൾ ആൾക്കാർക്ക് എപ്പോഴും അവരുടെ നീതി നിഷേധിക്കപ്പെടുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നീടുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവരുടെ അവകാശങ്ങളൊക്കെ എന്താണ് നിഷേധിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവുകയാണ് എന്താ വെച്ചാൽ സപ്രസ്ഡ് ആയിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ പല രീതിയിൽ പല വേരിയസ് ആയിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവര് മിസ്യൂസ് ചെയ്യപ്പെടുന്നവരുണ്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നവരുണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുക അവർക്ക് നീതി കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ അവർക്കൊരു ജീവിതമുണ്ട് അവരും ഇവിടുത്തെ ജീവിക്കാൻ അർഹരാണ് അവർക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നത് അതാണ് സാമൂഹ്യ നീതി എന്ന് പറയുക ആ ഒരു പ്രോസസ്സ് അത് തന്നെയാണ് ഈ ഡെഫിനേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് social justice impulse to establish a just social order by favoring the removal of structural and systematic inequalities in order to ensure equalization of opportunities to weaker and vulnerable sections of society who either because of being subjected to social suppression and oppression or being the victims of varied kinds of disabilities and handicaps are prone to be misused and even abused and exploited അപ്പം പല രീതിയിൽ ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാരുണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുണ്ട് താഴേക്ക് ചവിട്ടി താക്കപ്പെടുന്നവരുണ്ട് അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവർക്കൊക്കെ നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സോഷ്യൽ ഓർഡർ അതിനെയാണ് നമ്മൾ എന്ത് പറയുക സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആ ഒരു ടൈം കൊണ്ട് കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി അപ്പം ഈ ജസ്റ്റിസ് എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ലീഗലി കണക്റ്റഡ് ആണ് ഒരു ലീഗൽ മാക്കപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അബ്സ്ട്രാക്ട് ഫോമിൽ ജസ്റ്റിസ് എന്താണ് രണ്ട് സെൻസ് എടുത്തു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് സെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് സെൻസിൽ ഈ ജസ്റ്റിസ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നീതി എന്ന് പറയുന്നത് പലപ്പോഴും ആ നീതി നിർവഹണം ഇറ്റ് ബി എ ഡ്യൂട്ടി ആ ഒരു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നീതി എന്ന് പറയുന്നത് ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവർക്കും ഉണ്ട് but especially people who work in this area അവർക്ക് നീതി നിർവഹണം എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ഒരു കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക ലൈക്ക് സോഷ്യൽ ജസ്റ്റിസിന് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് റൂൾ ഓഫ് ലോ അത് എൻഷുർ ചെയ്യുക സമൂഹത്തിൽ ഒരു നിയമം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് അതുപോലെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നമുക്കറിയില്ലേ പലപ്പോഴും ഒത്തിരി എന്താ പറയുക ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരിതാണ് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലുള്ള സമത്വം എന്നൊക്കെ പറയുന്നത് അവസരങ്ങൾ ഇപ്പം നമുക്ക് പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒക്കെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം എന്ന് പറയുമ്പോൾ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ആ ഒരു ഉന്നമനം അവരുടെ ഒരു ഡെവലപ്മെന്റ് സാധ്യമായിട്ടുള്ള പൊസിഷൻസും ആ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും അവിടെ ക്രമീകരിക്കുന്നു ബാക്കിയുള്ളവർക്ക് അങ്ങനെ പക്ഷേ പലപ്പോഴും ഈ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പേപ്പറിൽ ഒതുങ്ങി നിൽക്കുന്നു അല്ലേ അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടിയിട്ട് മാത്രം അത് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് അപ്പം നമ്മൾ അത് ഗ്യാരണ്ടി ചെയ്യുക സമത്വം എന്ന് പറയുന്നത് opportunity that should be given to every one ആ രീതിയിലേക്ക് അവർ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നു then ensure special opportunities to weaker and vulnerable sections ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം ആർക്കാണ് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള സെഷൻസിന് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം അപ്പം അതിലും ഒരു സമത്വം കൊണ്ടുവരിക എന്നുള്ളത് എന്തൊക്കെ റിസൾട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ഡിസ്കഷൻസ് ഒത്തിരി നടക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പക്ഷെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ഇക്വാലിറ്റി സമത്വത്തിന് വേണ്ടിയിട്ട് അപ്പം ഇക്വാലിറ്റി വേണം ബട്ട് അതിനെക്കാട്ടി കൂടുതൽ ഒരു ഇക്വിറ്റി അപ്പം ചിലർക്ക് രണ്ട് കാലിബറുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന രണ്ട് കാലിബറുള്ള ഒരാൾക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കാതെ അപ്പം ഒരാൾക്ക് കുറച്ചുകൂടെ അധികം കൊടുത്താൽ മാത്രമേ അതിന്റെ ഔട്ട്കം വരുത്തുള്ളൂ അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഫോക്കസ് ചിലപ്പം ഇപ്പൊ രണ്ട് ഒരേ ആവറേജ് ഉള്ള രണ്ടുപേർക്ക് ഒരേപോലെ കൊടുത്തു കഴിഞ്ഞാൽ sometimes the result will be okay but ഇവിടെ ഒരാൾക്ക് കൂടുതലായിട്ടുള്ള കഴിവുണ്ട് അതേസമയം അയാൾക്ക് കൊടുക്കുന്ന അതേ ഇതാണ് കുറച്ച് കഴിവുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്കം കുഡ് ബി ഡിഫറെന്റ് അപ്പൊ അതിനൊരു ഇക്വാലിറ്റി വേണമെങ്കിൽ നമ്മൾ അയാൾക്ക് എന്താണോ ആവശ്യം എത്രയും ആണോ ആവശ്യം അത്രയും കൊടുത്താലേ ഈ ഒരാൾക്കും ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക അത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നു ദെൻ അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ആണ് prevent abuse and exploitation of weaker and vulnerable sections ഈ ഒരു ഏരിയയിൽ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് ആ ഡെഫിനേഷനിലെ കൃത്യമായിട്ട് പറയുന്നതാണ് so we have to avoid അല്ലെ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങൾ എല്ലാ തരത്തിലുള്ള അബ്യൂസസ് ദുരുപയോഗങ്ങൾ ആരെയാണ് വീക്കർ വളരെ സെഷൻസിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാക്കും പക്ഷെ ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഭേദം വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കാര്യം എന്താ അവരെ തൊട്ട് കളിച്ചാൽ അവർ അറിയും അവരെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് അപ്പം law is very strong at present അങ്ങനെയുള്ള ആൾക്കാരെ ചെയ്തു കഴിഞ്ഞാൽ അവർ കേസ് ഫയൽ ചെയ്യുക അല്ലെങ്കിൽ നിയമത്തിന്റെ സാധ്യത നേടുകയോ ചെയ്തു കഴിഞ്ഞാൽ action will be taken immediately വളരെ പെട്ടെന്ന് തന്നെ ആക്ഷന് എടുക്കപ്പെടും അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റുകളൊക്കെ ഉറപ്പുവരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പരിധി വരെ അത് കോൺട്രവേഴ്സിയാണ് ഓക്കെ ദെൻ അടുത്ത ഒരു ടൈം എന്ന് പറയുന്നത് സോഷ്യൽ പോളിസിയാണ് സോഷ്യൽ പോളിസി അപ്പം സോഷ്യൽ വർക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ വർക്കർ അറിഞ്ഞിരിക്കുന്ന ടേംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന്റെ ഏരിയാസ് അയാൾക്ക് മനസ്സിലാക്കാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിച്ചിരിക്കണം പിന്നെ പോളിസി എന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് adopted for the sake of expediency facility etcetera അപ്പം സോഷ്യൽ പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും that includes those courses of action adopted by the government which relate to the social aspects of life actions which is deliberately designed and taken to improve the welfare of it citizens അപ്പൊ നമ്മൾ എല്ലാവർക്കും പുരോഗതി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നിയമപരമായിട്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് നടക്കണമെങ്കിൽ പോളിസികൾ രൂപം കൊള്ളണം അത് ഒരു റിട്ടേൺ രീതിയിൽ എഴുതപ്പെട്ട രീതിയിലുള്ള പോളിസികൾ നമ്മൾ രൂപവൽക്കരിക്കപ്പെടണം അത് ആൾക്കാരുടെ അതായത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിലെ സിറ്റിസൻസിന്റെ രാജ്യത്തിന്റെ തന്നെ സിറ്റിസൻസിന്റെ എന്താണ് ഡെവലപ്മെന്റിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പോളിസികളാണ് അപ്പൊ അത് ഗവൺമെന്റുകൾ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നു നമ്മുടെ എന്താണ് സ്റ്റേറ്റ് സെൻട്രൽ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു അമെൻമെന്റുകൾ ഉണ്ടാകുന്നു അത് പ്രസിഡന്റിന്റെ സാങ്ഷനിങ്ങിലൂടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ റെക്കമെൻഡേഷനിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് യൂഷ്വൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരുപാട് പോളിസികൾ നമ്മുടെ ഇടയിലുണ്ട് വെൽഫെയർ പോളിസീസ് അപ്പം പോളിസി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റെഫേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് which is referred as a framework അപ്പം ഒത്തിരി ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അത് ഏത് ഏരിയയിൽ അല്ലെങ്കിൽ ഏത് ആൾക്കാർക്ക് ഏത് മേഖലയിൽ ഏത് സെക്ടറിന് ഉള്ള പോളിസികളാണോ ആ രീതിയിൽ അതിനെ തരം തിരിച്ചിട്ട് ഡെവലപ്മെന്റ് സാധ്യമാകുന്ന ഒരു ഏരിയ അപ്പോൾ സോഷ്യൽ പോളിസി എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയസിനെ കുറിച്ച് പറയുന്നു social objectives of state policy including economic growth എല്ലാ പോളിസികളും ഇക്കണോമിക് ഗ്രോത്ത് ഫോക്കസ് ചെയ്യണം അതുപോലെ തന്നെ policy with regard to the promotion of social services as an integral part of a developing economy the policy governing promotion of social welfare services as a part of development plans അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്ത് എടുക്കുന്ന ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു മെഷർ ആണ് ശരിക്കും സോഷ്യൽ പോളിസിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻ ആണ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു ഓക്സിലറി മെത്തേഡാണ് ശരിക്കും സോഷ്യൽ വർക്കിന്റെ ഒരു ഓക്സിലറി മെത്തേഡ് അതായത് സെക്കൻഡറി കാറ്റഗറി മെത്തേഡില് സെക്കൻഡറി കാറ്റഗറിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു method so it stands with community organization in fact അപ്പൊ ആ ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുക അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ സോഷ്യൽ ആക്ഷന് കൊടുത്തിരിക്കുന്നത് മേരി റിച്ച്മെന്റ് ആണ് nineteen twenty two mass movement through propaganda and social legislation അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് സമൂഹത്തിൽ ഉണ്ടാകും പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടാകും അപ്പം അത് ലീഗലി എന്താ സൗണ്ട് ആയിട്ടുള്ള ഒരു ലീഗൽ ബാക്കപ്പ് അതിൽ വേണം സോഷ്യൽ ലെജിസ്ലേഷനുമായിട്ട് നിലനിൽക്കുന്ന രീതിയിൽ വേണം അവിടെ നോൺ വയലൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വയലൻസ് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു ആശയം ആണ് സോഷ്യൽ ആക്ഷനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യത്തിന് നമ്മൾ എടുക്കുന്ന ഒരു സോഷ്യൽ വർക്ക് ടൂളോ മെത്തേഡോ ടെക്നിക്കായിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ശരിക്കും സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് so it as the systematic conscious effort directed to influence the basic social conditions and problems out of which arise the problems of social adjustment and maladjustment to which our service as social worker is directed നമുക്കറിയാം എവിടെ ഒരു അരാജകത്വം നടക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒരു സോഷ്യൽ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നു അവിടെ കുറെ ശ്രമിച്ചിട്ട് മാറുന്നില്ലെങ്കിലും സോഷ്യൽ ആക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റമുണ്ടാക്കുന്ന പല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യും ഇപ്പം തന്നെ നമുക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പ് അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സോ ബ്രൈബിനെതിരെ അല്ലെ ഭയങ്കരമായിട്ടുള്ള രാംലീല ഡൽഹി രാംലീല മൈതാനത്ത് അദ്ദേഹം നടത്തിയ ഒരു സോഷ്യൽ ആക്ഷൻ തന്നെയാണ് നിരാഹാര സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം നോൺ വയലൻസ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക് ഉപയോഗിച്ച് ചെയ്യുന്ന അതിന്റെ ഒരു ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ പിന്നെ ഗാന്ധിജി ചെയ്തതും സോഷ്യൽ ആക്ഷനാണ് രാജന മോഹൻ റോയും ഒക്കെ സോഷ്യൽ ആക്ഷൻ ചെയ്തവരാണ് അപ്പം ഇവരെല്ലാം ആക്ടിവിസ്റ്റുകളാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയാനൊക്കെ ഉണ്ട് Arvind Kejriwal social activist Medha Patkar social activist Dayabhai social activist അപ്പം ആ രീതിയിലൊക്കെ കുറെ ആൾക്കാരുണ്ട് അപ്പം ഇറ്റ്സ് നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലൂടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ വെച്ചിട്ട് അവർ ഒരു ലീഗൽ ബാക്കപ്പിലൂടെ ഒരു മാസ് മൂവ്മെന്റ് നടത്തുന്നു അതിനെയാണ് നമ്മൾ ശരിക്കും വിളിച്ചിരുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത സബ്ജക്റ്റുകളിൽ പഠിക്കും അപ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് ഇതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ ഇതിനെ വ്യക്തമായിട്ടും എലാബറേറ്റഡായിട്ടും പഠിക്കും ഇനി അടുത്ത ഒരു ടേമാണ് അടുത്ത അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് അതിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത് അതെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഏതായിരുന്നു ഏതായിരുന്നു പ്ലീസ് ക്വിക്ക് റീക്യാപ്ചർ പറഞ്ഞേ social movement okay പിന്നെ Social reform. Social reform Social network. Social network Social service. Social service social defense, social defence social security, social security social welfare, social welfare social justice social policy. Social policy പിന്നെ അതിനുശേഷം സോഷ്യൽ വർക്ക് നമ്മളോട് പഠിച്ചാണ് സോഷ്യൽ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല social work but social concept തന്നെയാണ് ഓക്കെ ദെൻ സോഷ്യൽ ആക്ഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ബ്രീഫായിട്ട് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ ഇതിൽ ഈ പറഞ്ഞതുപോലെ കോർ വാല്യൂസ് നിൽക്കുന്നത് തന്നെയാണ് കോർ വാല്യൂസ് തന്നെയാണ് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ social action justice okay social action എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന്റെ തന്നെ ഒരു മെത്തേഡാണ് ഒരു ഓക്സിലറി മെത്തേഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കും പിന്നെ വെൽഫെയർ പഠിക്കുമ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയും നമുക്ക് ഉണ്ട് so we move on to the next area that is the methods of social methods അപ്പൊ അതിനെ കുറിച്ച് നോക്കാം അപ്പം മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് അപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് മെത്തേഡ് അല്ലേ അത് ഒരു ഓർഡർലി വേ ആണ് അപ്പം ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ definitely we need orderly way ഒരു ഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവും അപ്പം ആ രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എയിമിലേക്ക് അത് അറ്റൈൻ ചെയ്യാനെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു രീതിയിലാണ് മെത്തേഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എപ്പോഴും method is a well understood that can be orderly way of procedure and though it is always carried out towards the achievement of a specific aim ഒരു പർട്ടിക്കുലർ aim that എയിം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഓർഡർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെത്തേഡ് എന്ന് പറയും ഇപ്പൊ സോഷ്യൽ വർക്കിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് ഞാൻ ആദ്യം കുറെ പ്രാവശ്യം പറഞ്ഞാണിത് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിന് നമുക്ക് രണ്ടായിട്ട് ടു കാറ്റഗറീസിലാണ് ഈ സോഷ്യൽ വർക്ക് മെത്തേഡ്സിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പം അതിൽ ആദ്യത്തെ എന്താണ് പ്രൈമറി മെത്തേഡ്സ് പ്രൈമറി മെത്തേഡ്സിൽ വരുന്ന മൂന്ന് മെത്തേഡുകളുണ്ട് ഒന്ന് കേസ് വർക്ക് എന്ന് പറയും അല്ലെങ്കിൽ work with social work practice with individuals എന്ന് പറയും സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ social work practice with individuals then second one is social work practice with group അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയും third one practice with the community social practice with community അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയും അപ്പം ഇത്രയും മെത്തേഡുകൾ ഈ മൂന്ന് പ്രൈമറി മെത്തേഡ്സ് ഉണ്ട് സോഷ്യൽ വർക്കിന്റെ ആദ്യത്തെ കാറ്റഗറിയിൽ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ social action secondary methods social action then social work research and social welfare administration ഇത്രയുമാണ് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് മൊത്തത്തിൽ ആറ് മെത്തേഡ്സ് ഉണ്ട് രണ്ട് കാറ്റഗറികളായിട്ട് അത് എപ്പോഴും എല്ലാവരുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഇനിയിപ്പോ നമ്മൾ ഓരോ മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ ഇന്ന് പ്രൈമറി മെത്തേഡ്സ് പഠിക്കും അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡറി മെത്തേഡ്സ് പഠിക്കുന്നത് അപ്പം ഈ കേസ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ഈ ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ കാരണം കേസ് വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വേറെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ആദ്യം നമുക്ക് case work method one primary method ആദ്യത്തെ മെത്തേഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്താണ് കേസ് വർക്ക് എന്ന് പറയുന്നത് സോ ഇത് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഗ്ലോബലി പ്രാക്ടീസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് തന്നെയാണ് അപ്പം ഇതെന്താണ് നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ സോഷ്യൽ ഫങ്ഷനിങ് നന്നായിട്ട് എനേബിൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഈ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് എന്താണ് ഈ സോഷ്യൽ നമ്മളെല്ലാം ഇൻഡിവിജ്വൽസ് ആണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫങ്ഷനിങ് ഉണ്ട് ഇല്ലേ ഒരു individual as an individual definitely we are associated with society അതുകൊണ്ട് ഒത്തിരി സോഷ്യൽ ഫങ്ഷനിങ് ഉണ്ട് ഈ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്നതിൽ നല്ല ഒരു വളർച്ച അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും കാരണം നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ ആ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം അതായത് ഫംഗ്ഷനിങ്ങിനെ നന്നായിട്ട് ബാധിക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫാമിലി ഇല്ലേ ഉറപ്പല്ലേ അപ്പൊ എന്ന് പറയുന്നത് പോലെ അയാളുടെ ഫംഗ്ഷനിങ്ങിന് തടസ്സം നിൽക്കുന്ന പ്രോബ്ലംസിനെ കണ്ടെത്തിയിട്ട് അയാളെ നമ്മൾ എനേബിൾ ചെയ്യുകയാണ് ബെറ്റർ സോഷ്യൽ ഫംഗ്ഷനിലേക്ക് സോ സോഷ്യൽ കേസ് വർക്ക് എന്ന് അല്ലെങ്കിൽ work with individuals that enables the social functioning of individuals എന്നിട്ട് അടുത്ത ഒരു പോയിന്റ് പറയുന്നത് എന്താ it is used to help people of all ages and from various sections of society to enhance their social functioning and to cope more effectively with their problems അപ്പം ഈ സോഷ്യൽ വർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പ്രോബ്ലം ഡീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിന് വ്യക്തികളുടെ ഗ്രൂപ്പുകളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് അലിവിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാനായിട്ട് നശിപ്പിക്കാനായിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സുമാണ് സോഷ്യൽ വർക്കിൽ പറയുന്നത് അപ്പം ഇൻഡിവിജ്വൽ റെയിലുകളുടെ ചില പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഇഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യണം നമ്മൾ അതുവഴിയായിട്ട് അയാൾക്ക് ഒരു നല്ല സോഷ്യൽ ഫങ്ഷനിങ് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ശരിക്കും സോഷ്യൽ കേസ് വർക്ക് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് ഫങ്ഷൻസ് വിത്ത് അല്ലെങ്കിൽ it is use to help people of all ages ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായം വരെ ഉള്ളവരെയും അതുപോലെ തന്നെ people from various sectors of their life പല സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അപ്പൊ അവിടെ നിന്ന് വരുന്ന ഏത് രീതിയിലുള്ള ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലം സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ വർക്കിന്റെ മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുക ഇവിടെ individualization of social case problems begin almost only with individualizing persons in relief situation ഈ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ സോഷ്യൽ കേസ് വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ കൂടിയാണ് പ്രിൻസിപ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞ മാസം പറഞ്ഞു പ്രിൻസിപ്പിൾസ് എല്ലാ മെത്തേഡ്സിനും ഉണ്ട് അതിന്റെ മാർഗനിർദ്ദേശം കൊടുക്കുന്ന എങ്ങനെ ഈ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം ഏതൊക്കെ പ്രിൻസിപ്പിൾസിന്റെ ഒരു സപ്പോർട്ട് നിന്നുകൊണ്ട് വേണം ചെയ്യാൻ അത് നമ്മൾ സഹായിക്കുന്നത് ഇൻഡിവിജ്വലൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ അപ്പൊ ഇവിടെ ഇൻഡിവിജ്വലൈസിംഗ് ദ പേഴ്സൺസ് ഇപ്പൊ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താ ability to identify myself the other one അല്ലേ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതാണ് എന്റെ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് അതാണ് അവന്റെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഇല്ലേ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് എല്ലാവർക്കും ഉണ്ട് അപ്പം my ability to identify with the other one എന്റെ ഒരു റിലീഫ് അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അവിടെ എന്റെ പ്രശ്നത്തെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് അതായത് ഓരോ വ്യക്തിയും യുണീക്ക് ആണ് അയാൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതൊന്ന് സോൾവ് ചെയ്താൽ എനിക്ക് ക്യാൻ ബെറ്റർ ഫങ്ഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു അപ്പൊ ഇവിടെ ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ലി വിസിറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ റിലീഫ് സിറ്റുവേഷൻസ് പല രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരും കാണിച്ചു തന്നിട്ടുണ്ട് എസ്പെഷ്യലി കുറച്ച് പേരുടെ പേരുകളൊക്കെ ഈ ചാപ്റ്ററിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർക്ക് കുറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഒത്തിരി പേരുടെ വീടുകൾ തോറും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവരെങ്ങനെ ഉണ്ടാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതാണ് കേസ് വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പം എന്നിട്ട് ഇതിന്റെ ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ ഒരു സൗണ്ട് ബേസ് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി റിച്ച്മണ്ട് ആണ് നയൻറ്റീൻ സെവൻറ്റീനിൽ the first book published in social case work ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മേരി റിച്ച്മണ്ട് കേസ് വർക്കിന് വലിയൊരു ഫോക്കസ് കൊടുക്കുന്നു അതായത് ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒത്തിരി കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് ഒക്കെ ആൾക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇവന് എന്തെങ്കിലും പ്രശ്നമുണ്ട് especially for the people who are in stress oppressed ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉള്ളവരുടെയൊക്കെ അടുത്തേക്ക് പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറയുക അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ നിന്നുമാണ് മേരി റിച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് social working social case work എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നതും അപ്പൊ അങ്ങനെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നു ചെയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ദി സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഒരു American influence social work schools ഒക്കെ American school of social work തുടങ്ങിയതിന് ശേഷം അതുപോലെ തന്നെ പല Dorabji Tata graduate school of social work ഇന്ത്യയിൽ Tata institute of social science ഇതൊക്കെ വന്നതിന് ശേഷം എഡ്യൂക്കേഷനിലെ സോഷ്യൽ വർക്ക് ഭയങ്കരമായിട്ട് ബൂം ചെയ്ത സമയത്തേക്ക് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡായിട്ട് പല സ്കൂളുകളും അപ്ലൈ ചെയ്യാനായിട്ടും അതിന്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് കൃത്യമായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാക്കിയെടുത്ത് അതൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഉള്ള മെത്തേഡായിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിന്റെ ഒരു പോപ്പുലാരിറ്റി അതിന് കിട്ടി സോഷ്യലിന്റെ ഒരു ഭയങ്കര ഒരു എംഫസിസ് സോഷ്യൽ വർക്കിന്റെ ആ ഫിലോസഫി സോഷ്യൽ വർക്കിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു മെതേഡും സഹായിക്കുന്ന രീതിയിലേക്ക് വരുന്നു അതിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഒക്കെ അവിടെ പറയുന്നുണ്ട് ജസ്റ്റ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞതിന് കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനിയും ഈ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ അത് ഒന്ന് മനസ്സിലാക്കാം ഡെഫിനിഷൻ ഓഫ് കേസ് വർക്ക് അപ്പൊ മേരി റിച്ച്മണ്ട് ആണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്തിനാ സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു വേൾഡ് ഫേമസ് ഡെഫിനിഷൻ ആണ് അപ്പം മെയിൻ പബ്ലിഷ് ചെയ്ത ബുക്കിൽ ഇതിനെക്കുറിച്ച് വിവാദിച്ചിട്ടുണ്ട് അപ്പം അവർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ് ഷേസ്കീമിന്റെ as social case work consist of those practices which develop personality through adjustments consciously effected individual by individual between men and their social environment അപ്പൊ ഈ ഒരു വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മെത്തേഡ് അതാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ individual by individual between men and their social environment അപ്പം സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ കുറച്ചും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ case work is the process of helping an individual to have a better adjustment with himself and with the environment എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വ്യക്തിക്ക് അയാളുമായിട്ട് ഒരു ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം അതുപോലെ തന്നെ അയാൾ താമസിക്കുന്ന എൻവയോൺമെന്റുമായിട്ട് ഒരു നല്ല സോഷ്യൽ എൻവയോൺമെന്റുമായിട്ട് അയാളുടെ ആവാസ വ്യവസ്ഥയുമായിട്ട് നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡെഫിനേഷൻ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപം എന്ന് പറയും മേരി റിച്ച്മണ്ട് ഇങ്ങനെ ഒരു വാക്കുകളും ഇംഗ്ലീഷിന്റെ ആ ഒരു ശക്തി ഇങ്ങനെ കുറെ എഴുതി വെച്ചപ്പോഴും സോ ഇറ്റ് ഈസ് അബിലിറ്റി അല്ലെങ്കിൽ social work is a helping process that helps an individual to have a better functioning with himself അല്ലെങ്കിൽ better adjustment with himself and with the environment എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും ഡെഫിനിഷൻ പിന്നെ മെയിൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെൽപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനേഷനിൽ കുറച്ചുകൂടെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് അവർക്ക് അവരുടെ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് അതിനെ ഒന്ന് വേറെ രീതിയിലേക്ക് മാറ്റി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ബൈ ഹെർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേസ് വർക്കിന്റെ ഇതാണ് social case work may be defined as the art of doing different things for and with different people അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അല്ലേ art of doing different things വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കലാപരമായിട്ട് ചെയ്യുന്ന രീതി വിത്ത് ഡിഫറെൻ്റ് പീപ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ by cooperating with them to achieve at one and at the same time their own and for society's പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ബെച്ച് അതുവഴിയായിട്ട് സൊസൈറ്റിയുടെ തന്നെ പറ്റാൻ പറ്റും അപ്പൊ ആ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു ആർട്ട് ഓഫ് ഡ്യൂയിങ് ഡിഫറെന്റ് തിങ്സിന് നമ്മൾ എന്ത് പറയുക കേസ് വർക്ക് എന്ന് പറയുക so I repeat social case work may be defined as the art of doing different things for and with different people by cooperating with them to achieve at one and at the same time their own and society's better ഇതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷന് അതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കുറച്ച് പ്രിഫേർഡ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ഒരു ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഡെഫിനേഷൻ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ അസൈൻമെന്റ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ it's very easy to understand as well okay അടുത്ത ഒരു ഇമ്പോർട്ടൻസ് ഓഫ് കേസ് വർക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് കേസ് വർക്ക് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ എന്റെ ഹിസ്റ്ററി ഉണ്ട് അവ കുറെ കാര്യങ്ങൾ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയേക്കുക ഒത്തിരി റെപ്പറ്റീഷൻസ് വരുന്ന ഒരു ഏരിയ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതുപോലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ when write you know counselling കേസുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരേ ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും in fact it is like that അത് അങ്ങനെ ആണ് താനും പക്ഷെ ഒരേ കാര്യമാണ് പക്ഷെ പല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതെ ഇപ്പം ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് കേസ് വർക്ക് നമ്മൾ മനസ്സിലാക്കണം definitely we should know the four P's. Person, uh, problem, process and place അപ്പം ഈ നാല് കാര്യങ്ങൾ ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് കേസ് uh, വർക്കിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഇതിൽ പേഴ്സൺ എന്ന് പറയുന്ന അത് ആരാ കേസ് വർക്കിലെ പേഴ്സൺ എന്ന് പറയുന്നത് ആരാ ഇൻഡിവിജ്വൽ ആണ് always is the individual person നമ്മൾ പറഞ്ഞല്ലോ it is a individual work with individual അതാണ് കേസ് വർക്ക് അപ്പൊ പേഴ്സൺ എന്ന് പറയുന്ന ആള് ഇവിടെ ഉണ്ട് ഫോർ പീസ് ആ കമ്പോണൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പി എന്ന് പറയുന്നത് പേഴ്സൺ എന്ന വ്യക്തി ആരാണ് ആ വ്യക്തി ഹു ഹെൽപ്പ് സഹ സഹായം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി അപ്പൊ ഇവിടെ സഹായം ആവശ്യപ്പെടാനുള്ള അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ് is having a he has to meet a need ഒരു ആവശ്യം അയാൾക്ക് മീറ്റ് ചെയ്യണം അപ്പൊ നമുക്കറിയാം എപ്പോഴാ ഇങ്ങനെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ so I should meet my need അല്ലേ somebody should help me to do that അതും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്താ it is converted to a problem ഞാനൊരു പ്രോബ്ലത്തിലേക്ക് മാറുകയാണ് അതാണ് രണ്ടാമത്തെ കമ്പോണൻ എന്ന് പറയുന്നത് person when his unable to meet his needs that will be converted to a problem രണ്ടാമത്തെ പി എന്ന് പറയുന്നതാണ് പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചു പ്രോബ്ലം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മൾക്ക് ചുറ്റും പ്രോബ്ലം മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ഫുള്ള് ലൈഫ് ലോങ് പ്രോബ്ലംസ് ആണ് അതിൽ കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നേ ബട്ട് സ്റ്റിൽ ഈ പ്രോബ്ലം ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലും ഇല്ല അങ്ങനെ പ്രോബ്ലം ഇൻഡിവിജ്വൽ ഒന്നും ഇല്ലെങ്കിൽ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒന്നുമില്ല സോഷ്യൽ വർക്കും ഇല്ല ഒരു ഒന്നുമില്ല ഓക്കെ ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക അപ്പൊ പ്രോബ്ലം ആണ് സോഷ്യൽ വർക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ഇവിടെ person to the problem then അടുത്തെന്ന് പറയുന്നത് എന്താ ഈ പേഴ്സണൽ പ്രോബ്ലം ഉണ്ട് അയാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ definitely we need a process അയാളെ ആ പ്രോബ്ലത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ നമ്മളൊരു പ്രോസസ്സ് കൊണ്ടുവരും ഒരു പ്രക്രിയ എന്നൊക്കെയാണ് പ്രോസസ്സിന് മലയാളം പറയുന്നത് ഒരു സംവിധാനം കൊണ്ടുവരും ആ സംവിധാനത്തിന് നമ്മൾ കേസ് വർക്ക് എന്നിട്ട് പേര് കൊടുക്കുകയും ഓക്കെ ദെൻ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല we need a particular setting for that ഇപ്പം എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ കേസ് വർക്കറാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരികയാണ് ഞാൻ ചന്ത മീൻ മേടിക്കാൻ പോയപ്പോൾ നിങ്ങൾ സാർ എനിക്ക് ഭയങ്കര പ്രശ്നം അത്രയും കോലാഹലങ്ങൾക്കിടയിൽ എനിക്ക് നിങ്ങളെ പ്രശ്നം കേൾക്കാൻ പറ്റൂ അല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് തരാൻ പറ്റൂ പറ്റുകയില്ല അപ്പം വളരെ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു place is very much need ഇപ്പൊ കേസ് വർക്കിന്റെ കോമ്പണൻസ് പഠിക്കുമ്പോൾ definitely we should know all these എന്താ പറയുക നാല് പീസ് മനസ്സിലാക്കുക പേഴ്സൺ പ്രോബ്ലം പ്രോസസ് ഈ പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് എ പ്ലേസ് ആ പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റിംഗ് ആയിട്ട് കാണും ഒരു കേസ് വർക്കിന്റെ സെറ്റിംഗ് ആയിട്ട് നമ്മൾ കാണും അവിടെയാണ് ഇന്റർവെൻഷൻ സാധ്യമാവുക ഓക്കെ ബാക്കിയുള്ള ഇതിനിപ്പം സ്റ്റേജസ് ഉണ്ട് പ്രിൻസിപ്പൾസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ കേസ് വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഓക്കെ അപ്പം ഇത് ഇൻട്രോ ആണ് കേസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് what is use of case work in social work അതിന്റെ കോമ്പോണൻസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കേസ് വർക്ക് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫീസ് മനസ്സിലാക്കുക എന്താണ് കേസ് വർക്കിന് നമ്മൾ കൂടുതൽ ഒരു ആഭിമുഖ്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് അപ്പൊ ഇവിടെ സോഷ്യൽ കേസ് വർക്ക് മെത്തേഡ്സ് അപ്പൊ ഇതിനെതിരായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അത് നിങ്ങൾ പഠിക്കും ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കേസ് വർക്കിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് methods used is home visit interviews communication അങ്ങനെയുള്ള കാര്യങ്ങൾ കൊലാറ്ററൽ കോണ്ടാക്ട് ഇതെല്ലാമാണ് സോഷ്യൽ കേസ് വർക്കിന്റെ മെത്തേഡ്സ് ആക്ച്വലി അത് റെഗുലർ സിലബസിൽ അങ്ങനെ പറയുന്നില്ല ബട്ട് സ്റ്റിൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ നമുക്ക് സഹായിക്കണമെങ്കിൽ ആളുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇതാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ ഇൻ ദ സെൻസ് ഒരു കോൺവെർസേഷൻ ആ വ്യക്തിയുമായിട്ട് ഞാനൊരു കോൺവെർസേഷൻ ചെയ്യും പിന്നെ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കൊലാറ്ററൽ കോണ്ടാക്ട് ആണ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ലോസ് റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരോട് ഞാൻ വർത്തമാനം പറയുന്നു ആ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും ഓക്കെ പിന്നെ ഹോം വിസിറ്റ്സ് ആണ് വേണ്ടി വന്നാൽ if need definitely we have to visit the home of the particular person അപ്പം കേസ് വർക്ക് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ കേസ് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കർ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ അറിയാമോ കേസ് വർക്കർ ഒരു പൊസിഷനാണ് ഇപ്പം തന്നെ ഇന്ന് രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടി കാണുന്നതല്ല രാവിലെ ഞങ്ങൾക്ക് ഒരു വെബിനാർ ഉണ്ടായിരുന്നു in the sense Canadian migration അപ്പോൾ കനേഡിയൻ മൈഗ്രേഷനിലേക്ക് പോകാൻ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാർ നമുക്ക് കൊച്ചിയിലുള്ള ഇമിലോ കൺസൾട്ടൻസി ഇമിലോ മൈഗ്രേഷൻ ഇമിഗ്രേഷൻ ആ ഒരു ഇത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ലോവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ഓർഗനൈസ് ചെയ്ത ഒരു സെമിനാർ ഒരു webinar so it very useful അപ്പൊ അതിൽ അവർ പറയുന്നത് എങ്ങനെയാണ് എന്ത് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്റ്റുഡൻറ് പ്രോഗ്രാം എങ്ങനെ അപ്ലൈ ചെയ്യും ഏതൊക്കെയാണ് അപ്പൊ അതിൽ സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് പറഞ്ഞപ്പോൾ അവിടെ അല്ലെങ്കിൽ scope of the social worker പിന്നെ ഏതൊക്കെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ടേം ആണ് കേസ് വർക്കർ എന്ന് പറയുന്നത് ജോബ് പ്രൊഫൈലിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് case worker social case worker അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ തന്നെ എല്ലാ രാജ്യത്തും ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നവരെ സോഷ്യൽ വർക്ക് യൂസ് ചെയ്ത് ആൾക്കാരുടെ പ്രശ്നങ്ങൾ വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളെ സോഷ്യൽ കേസ് വർക്കർ എന്ന് വിളിക്കാം അപ്പൊ വൺ ഹു റിസീവ്സ് ഹെൽപ്പ് അതിനെ ആളെ എങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ക്ലയന്റ് എന്ന് പറയും social case worker and the client അപ്പൊ ഇവർ രണ്ടുപേരുമാണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പേഴ്സൺ എന്ന് പറയുന്ന ആൾ ഈ could be a client okay ആ രീതിയിലേക്ക് ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവിടെ social casework methods try to resolve individual problems mainly by restoring, maintaining or improving the person's social functioning using knowledge of human behaviour communication relationship skills and the available resources case വർക്കിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അത്യാവശ്യം നല്ല നോളജ് വേണം ഓക്കെ അപ്പം ഈ നോളജ് എന്ന് പറയുന്നത് നമ്മൾ പല വായിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി അറിവുകൾ നമുക്കുണ്ട് ബട്ട് സ്റ്റിൽ ഇവിടെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു അറിവ് വളരെ വ്യക്തമായിട്ട് വേണം ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു വലിയ കോൺസെപ്റ്റിനെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം എന്താണ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനുള്ള സ്കിൽസ് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഇതിൽ കേസ് വർക്കിൽ തന്നെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റാപ്പോർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത് റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് ഒരു ബന്ധം റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റാപ്പോ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആ റാപ്പോ കൃത്യമാണെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള റാപ്പോ ബിൽഡ് ചെയ്താൽ I can increase the trust to the client okay ക്ലയന്റിന് മനസ്സിലാവും ബോധപ്പെടുന്ന this case worker is okay അല്ലെങ്കിൽ this social worker is okay you can help me ആ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാനെ കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടായി അതുകൊണ്ടാണ് അവിടെ ആ മൂന്ന് ടേംസ് ഒക്കെ പേര് പറഞ്ഞിരിക്കുക അതുപോലെ തന്നെ we are helping them to find the resources available ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അത് വെച്ച് തന്നെ അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൊണ്ട് നമ്മൾ അവനെ സഹായിക്കുകയാണ് കേസ് വർക്കിംഗ് ഓക്കെ സോ ഇവിടെ വേറൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സൊല്യൂഷൻ ആണ് കണ്ടെത്തുന്നത് As a case worker, I am not finding any solution, but I am helping him to find the solution with the available resources. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം നമ്മൾ അവനെ കൊണ്ട് മനസ്സിലാക്കിക്കേണ്ടത് ദിസ് ഈസ് എ പ്രോബ്ലം നിന്റെ പ്രശ്നം ഇതാണ് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ് this is the root cause ഇതാണ് അതിന്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ so you can find the solution I'm helping him to find the solution I'm not the person who find the solution ദേ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മളിവിടെ ഹെൽപ്പേഴ്സ് ആണ് social work could be helper സഹായിക്കുന്ന ആൾ വളരെ സയന്റിഫിക് ആയിട്ടാണ് ഈ സഹായം കൊടുക്കുന്നത് ഓക്കെ അതിന് നമുക്ക് അറിവ് വേണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം we should have that knowledge of the available resources അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവും ഓക്കെ അത് then the case worker helps and individual in all his aspects of life അവന്റെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലയന്റിന്റെ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക then to enable the person to function adequately and properly in his various social roles അപ്പം ഒരു വ്യക്തിക്ക് അയാൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സോഷ്യൽ റോൾസ് എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് യോജിക്കുന്ന രീതിയിൽ വളരെ പ്രോപ്പർ ആയിട്ട് he should be free from all the problems അങ്ങനെ അയാളുടെ ആ ഒരു എല്ലാം ആസ്പെക്ട്സിലും അയാൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം പ്രൊവൈഡ് ചെയ്യുക അതുവഴിയായിട്ട് അയാൾക്ക് നല്ല രീതിയിൽ അയാളുടെ സോഷ്യൽ റോൾസ് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുക അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽ ഫീസ് വർക്കിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ social work professional case work എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് ഗ്ലോബലി എല്ലാ രാജ്യത്തും എല്ലാ മേഖലകളിലും ഈ കേസ് വർക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് പറയുന്നത് വളരെ വളരെ വലുതാണ് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലേസ് കേസ് വർക്ക് എന്ന് പറയുന്ന ഇന്നത്തെ സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയേക്കാം ദെൻ ഇമ്പോർട്ടൻസ് കഴിഞ്ഞു ദെൻ കുറച്ച് അസംഷൻസ് മനസ്സിലാക്കാം കേസ് വർക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ചില അസംഷൻസ് അപ്പൊ എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസോട് കൂടുതൽ പോയിന്റ്സ് മാത്രം പറയാം അപ്പം ഇതിലെ അസംഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ അസംഷൻ എന്താ പറയുക individual and society are interdependent and complementary to each നമുക്കറിയില്ലേ സമൂഹവും വ്യക്തികളും എന്ന് പറയുന്നത് വളരെ ഇന്റർഡിപ്പെൻഡ് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ കോംപ്ലിമെന്ററി ടു ഈച്ച് ഒരു വ്യക്തിക്ക് സമൂഹം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വ്യക്തിയില്ലാതെ വ്യക്തികളില്ലാതെ സമൂഹവും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും social functioning individual functioning is interrelated അപ്പൊ ആ ഒരു ഫംഗ്ഷനിങ് നന്നായിട്ട് കൊണ്ടുവരണമെങ്കിൽ കേസുകൾക്ക് വേണം അപ്പം ഈ ഒരു അസംഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും ഹാമിൽറ്റൺ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് അയാളുടെ കോൺസെപ്റ്റിൽ കൂടി പറഞ്ഞിരിക്കുകയാണ് these are the assumptions of അയാൾ അയാളുടെ തിങ്കിങ്ങിലൂടെ അയാൾ പറഞ്ഞിരിക്കുകയാണ് these are the assumptions of P's work individual and socially society are interdependent and complementary to each അത് സെക്കൻഡ് അസംഷൻ പറയുന്നത് എന്താണ് various factors operative in the society influence human behaviour and attitude അപ്പം നമുക്കറിയാം സൊസൈറ്റിയിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലേ അതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെയും അയാളുടെ മനോഭാവത്തെയൊക്കെ ബാധിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുവഴിയായിട്ട് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവുള്ള കാര്യങ്ങൾ സംഭവിക്കാം അപ്പൊ ഇവിടെ ഈ ബിഹേവിയറിനെ നമ്മൾ ബാധിക്കുന്നു പറയും നമ്മുടെ ഈ ബിഹേവിയർ ബിഹേവിയർ നമ്മൾ നാക്കില്ല അത് ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ ഇല്ലേ നമ്മൾ അത് വെച്ചിട്ട് ആൾക്കാരാണ് ആൾക്കാരെ മെഷർ ചെയ്യുന്ന പോലില്ലേ എന്തൊരു സ്വഭാവമാണോ നിന്റെ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണോ നിന്റെ പല രീതിയിൽ നമ്മൾ പറയുന്നത് ഇല്ലേ അത് പറയാനുണ്ട് എന്നെ വൃത്തിയുടെ അലഞ്ഞു സ്വഭാവത്തിന്റെ ഇത് എവിടെ നിന്ന് കിട്ടി ചിലരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കാറുണ്ട് ഈ സ്വഭാവം ഐഡന്റിറ്റി ആയിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മള് ഒരു സ്കൂളിലൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ ഇരിക്കുമ്പോഴോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടേക്ക് വരികയാണ് ഇഷ്ടപ്പെടാത്തൊരു ഇവൻ എവിടെ നിന്ന് വരുന്നത് നമ്മൾ ചോദിക്കാറില്ലേ അല്ലെങ്കിൽ ഇവൾ എവിടെ നിന്ന് വരുന്നത് എന്തൊരു കൂതറ സ്വഭാവമായി ഇവളുടേത് അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ പല ടേമുകളും യൂസ് ചെയ്യാറുണ്ട് പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വേർഡ് ആണ് അല്ലേ ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ എത്ര മാറുണ്ടോ അവിടെയാണ് നമ്മൾ തോന്നി കാര്യം എന്താ ആർക്കും അവരുടെ സ്വഭാവത്തെ മെഷർ ചെയ്യാനോ ഗ്രേഡ് ചെയ്യാനോ പറ്റുന്നില്ല മറിച്ച് ഐ എം വെരി മച്ച് എന്താണ് eager to assess the character അല്ലെങ്കിൽ behaviour of the other person ഇല്ല വേറൊരാളുടെ സ്വഭാവത്തെ അസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എനിക്ക് എന്തൊരു എന്തൊരു താല്പര്യം എന്തൊരു ആക്രാന്തമാണ് മറിച്ച് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല ആദ്യം ചെയ്യേണ്ടതാണ് to practise all these methods അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്ക് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം I should be able to know about myself എൻ്റെ ക്യാരക്ടർ എൻ്റെ ട്രേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തർ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ സ്വഭാവമല്ലേ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയും പറയാം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ വീട്ടിൽ ഇരിക്കുക നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇഗ്നോയുടെ ഓൺലൈൻ ക്ലാസ് ഇവിടെ കൊണ്ടാണ് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഭയങ്കര ഒരു ലിസണിങ് മൈൻഡോടും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ ക്യാമറ ബിയോണ്ട് ദ ക്യാമറ ആണെങ്കിലോ ഓഫ് ചെയ്തിട്ടാണെങ്കിലോ അങ്ങനെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും അവരൊരു ക്ലാസ് റൂം ആംബിയൻസിലായിരിക്കും ഇരിക്കുന്നത് അല്ല അവർ ജസ്റ്റ് കേൾക്കുന്നുണ്ടായിരിക്കാം കാണുന്നുണ്ടായിരിക്കാം but they not in that classroom ആയിരിക്കണമെന്നില്ല ചിലപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് ഇല്ലേ വേറെ ജോലി ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് പറന്നു കളിച്ചോണ്ടിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നടക്കുമ്പോൾ അങ്ങനെയുള്ളൊന്നും ഇപ്പോഴത്തെ എല്ലാം ചെയ്യില്ല അപ്പൊ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട് വെറുതെ ഓൺ ചെയ്തിട്ട് ഉറങ്ങുന്നവരും ഉണ്ട് ഓൾ ദീസ് ബിഹേവിയർ ആണ് ഓക്കെ ഇനി അതൊന്ന് പഠനത്തെ സംബന്ധിക്കും നമ്മൾ ക്ലാസ് റൂംസിൽ വരുമ്പോൾ അതുപോലെയാണ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നത് അല്ല ഇല്ലേ ഇത് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സ്വഭാവം ആ കുട്ടി തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടേതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഭയങ്കര ഫ്രീ ആണ് അവള് അല്ലെങ്കിൽ അവൻ ഭയങ്കര ഫ്രീ ആണ് അടുത്തൊരു സ്വഭാവം പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴോ എന്റെ പോണോ പരിശുദ്ധയും പരിഭാവനയും ഭക്തയുമാണ് അല്ലെ ആ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവിടെ നമ്മൾ കൊടുക്കുക എഗെയിൻ അനദർ ക്യാരക്ടർ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അല്ലേ നമ്മള് ടീച്ചറിനോട് വർത്താനം പറയുന്നവരാണോ ഒരു ഫ്രണ്ടിനോട് വർത്താനം പറയുന്നത് അല്ലെ നമ്മുടെ ഗുരുക്കന്മാരോട് അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരോട് വർത്താനം പറയുന്നവരാണോ ഒരു ഫ്രണ്ടിനോട് വർത്താനം പറയുന്നത് അല്ലെങ്കിൽ ഭാര്യയോട് മക്കളോട് വർത്താനം പറയുന്നത് അല്ല അല്ല ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റുന്നില്ല നമ്മളങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഓന്തിന് ഇത്ര കളറൊക്കെ മാറ്റാൻ പറ്റും ലിമിറ്റഡ് ആണ് ഇല്ലേ മനുഷ്യനും അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എണ്ണമറ്റ അനന്ത സാധ്യതകളുള്ള ഒരു ഏരിയയാണ് ശരിക്കും ഒരു മനുഷ്യന്റെ ബിഹേവിയർ പറയാൻ വേണമെങ്കിൽ ഓക്കെ അത് ചിന്തിക്കുക അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം it is the result of the interaction between biological organism and the environment ഓരോ ചുറ്റുപാടിലും ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസവും ആ ചുറ്റുപാടിൽ നമ്മുടെ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് ആണ് അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ I am a biological organism എന്റെ എൻവയോൺമെന്റ് മാറുന്നു ആ എൻവയോൺമെന്റ് ഈ ഞാനും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നു അതിന്റെ റിസൾട്ട് ആണ് എന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഈ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു സോഷ്യൽ വർക്കർക്ക് അല്ലെങ്കിൽ കേസ് വർക്കർക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാവണം അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അസംഷനി പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ പല വേരിയസ് ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം നമ്മുടെ മനോഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് സൈക്കോളജിക്കലി നമ്മൾ എന്താ പറയുക ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ തന്നെ അതിൽ introduction to abnormal and social psychology പഠിക്കും ഒരു പേപ്പറാണ് റെഗുലറിനുള്ള പേപ്പർ ഉണ്ട് അപ്പോൾ ആ പേപ്പറിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് മനോഭാവം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നതാണ് നമ്മുടെ മനോഭാവത്തെ നമ്മുടെ സ്വഭാവത്തെ ഈ പറയുന്നതായിട്ടുള്ള ഈ എന്താ പറയുന്നത് എല്ലാ സൊസൈറ്റിയുടെ ഫാക്ടേഴ്സും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കുക എന്നുള്ളതും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതും ഇനി അടുത്തൊരു അസംഷൻ ആണ് within certain limits man can be understood and helped അപ്പോൾ ഒരു പരിധി വരെയൊക്കെ എല്ലാ മനുഷ്യരും അവന് മനസ്സിലാക്കുക അതുപോലെ തന്നെ സഹായിക്കുക പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ അത് അത് രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് then man can grow and change as per his or her inherent capacities and potentialities ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട് കുറെ കഴിവുകൾ കുറെ കപ്പാസിറ്റീസും പൊട്ടൻഷ്യൽസും അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവൻ വളരണം അവൻ മാറണം മാറ്റം ഉണ്ടാകണം അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഒരാളെ സഹായിക്കും അതും ഇതിന്റെ ഒരു അസംഷനായിട്ട് വരുന്ന കാര്യമാണ് അതിന്റെ ഫൈനലി പറഞ്ഞു വെക്കുന്ന ഇതാണ് every person is unique as well as similar to others ഒരു ഒരേ സമയത്ത് തന്നെ എല്ലാ വ്യക്തികളും എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും എന്താണ് യുണീക്ക് ആണ് at the same time similar to others നമുക്ക് എല്ലാവർക്കും രണ്ട് കണ്ണേ ഉള്ളൂ മൂന്നെണ്ണം ഇല്ല രണ്ടേ ഉള്ളൂ കൈ രണ്ടേ ഉള്ളൂ പിന്നെ ചില ആൾക്കാരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പ്രകടനം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടെന്നും ചിലപ്പോൾ അല്പം കുറവാണെന്ന് നമുക്ക് തോന്നിപ്പോകും ബട്ട് അൾട്ടിമേറ്റ്ലി ഈ ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഏകദേശം ഒരുപോലെ തന്നെ ഓക്കെ അപ്പോൾ അത് ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ we are similar but each person is unique each person is unique എനിക്ക് ഉള്ള കഴിവുകൾ വേറെ ആർക്കും ഉണ്ടാവണമെന്നില്ല അയാൾക്കുള്ള കഴിവുകൾ മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല അയാൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് ആ യുണീക്നെസ് ഇൻഡിവിജ്വാലിറ്റി കൂടുതൽ മനസ്സിലാക്കി തരുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് തിരിച്ചറിയേണ്ട കാര്യമാണ് അത് അസംഷൻസിലേക്ക് വരുന്നു ഇനി കുറച്ച് ഫിലോസോഫിക്കൽ അസംഷൻ ഉണ്ട് ഇതിന്റെ തന്നെ വേറൊരു രീതിയിലേക്ക് each person as its dignity and worth അത് നമ്മൾ കൃത്യമായിട്ടും കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് അയാൾക്ക് കിട്ടിയിരിക്കണം ഇപ്പൊ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് കാര്യം ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അവനൊരു ഐലൻഡ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല മറിച്ച് അവൻ എപ്പോഴും ഒരു പരസ്പര ആശ്രയം ഒരു സഹജീവി അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ഒക്കെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ സൊസൈറ്റിയുടെ ഒബ്ലിഗേഷൻ ആണ് ശരിക്കും എന്ത് അയാളുടെ പൊട്ടൻഷ്യൽ ഒക്കെ റിയലൈസ് ചെയ്തിട്ട് അയാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഒരാൾക്ക് ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അയാളുടെ കഴിവ് കണ്ടെത്തി അയാളെ കൊണ്ട് ആ ഒരു നീഡ് അറ്റൈൻ ചെയ്യാനായിട്ട് പ്രാപ്തനാക്കുക എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ആണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് ആ രീതിയിൽ നമ്മൾ അയാളെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇനിയും ഏതൊക്കെ ഏരിയയിലാണ് ഈ സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ഏരിയയിലുണ്ട് പ്രധാനമായിട്ടും മെഡിക്കൽ സെറ്റിങ്സിൽ ഹെൽത്ത് സെറ്റിങ്സിൽ കേസ് വർക്കൊക്കെ നല്ല റോളുണ്ട് പല മെഡിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സൈക്കാട്രിക് ഇഷ്യൂസ് അത് വരുമ്പോൾ അതിനൊക്കെ ഡീൽ ചെയ്യണം സൈക്കാട്രിക് ഇഷ്യൂസിലെ കേസ് വർക്ക് ഒരു പരിധി വരെ ഭയങ്കരമായിട്ടുള്ള ഫലപ്രാപ്തിയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അതുപോലെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് എപ്പിസിറ്റിക്ക് പോയി കാണാനായിട്ട് പറ്റും അവർക്ക് കേസ് വർക്ക് വളരെ ഉപയോഗപ്രദമാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുവരും അതുപോലെ ഫാമിലി സിറ്റിംഗ് കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലേ അല്ലേ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് ഇന്ന് ചുമ്മാ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ടി വിയിൽ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ചിന്താ വിഷയം ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം ടി വി ആണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ഇന്നസെന്റ് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് എന്താണ് ഈ കുടുംബം എന്ന് പറയുന്ന നോഹയുടെ പെട്ടകം പോലെ ഈ ആർക്ക് ഓഫ് അവിടെ ആനയുണ്ട് പുലിയുണ്ട് പഴുതാരുണ്ട് സിംഹമുണ്ട് മുയലുണ്ട് മാനുണ്ട് എല്ലാവരും ഉണ്ട് ഒരു പെയർ പെയറായിട്ടിരിക്കുക നമ്മളൊരു തഞ്ചത്തിന്റെ തരത്തിൽ ഇതിനെ പ്രത്യേകമായിട്ട് കൊണ്ടുപോകും ഇല്ലേ അടി ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി പോകും അപ്പൊ പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി സെറ്റിംഗിൽ പ്രശ്നങ്ങൾ നമുക്കറിയില്ല ഡിവോഴ്സ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ് റേറ്റ് ആണ് ഈ ഡിവോഴ്സിനൊക്കെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകുക specially with the popular figures ഇപ്പൊ തന്നെ ചില ഇപ്പൊ യൂട്യൂബിൽ അവിടെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞു യൂട്യൂബ് വീഡിയോസ് ഒരു നടി എത്ര കല്യാണം കഴിച്ചു ഒരു നടൻ എത്ര കല്യാണം കഴിച്ചു ഇല്ലേ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് കാര്യം എന്താ പ്രോബ്ലംസ് ആണ് ഫാമിലി സെറ്റിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഇവരെല്ലാം കൗൺസിലിംഗ് ആൻഡ് കേസ് ഒക്കെ പോയിട്ടുള്ളവരാണ് they have undergone all these പോയിട്ടുള്ളവരാണ് അപ്പം അത് പരിഹരിക്കാൻ ഒരു പരിധിയൊക്കെ പരിഹരിക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പം അത് അടുത്തൊരു സെറ്റിംഗ് ആണ് then again family setting correctional setting അപ്പം ജയിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പം ഒരു തെറ്റ് ചെയ്ത് പോയി അവിടെ അയാൾക്ക് ഒരു തിരിച്ചു തിങ്കിങ് ക്യാപ്ഷനിങ് കൊടുക്കുന്ന ഒരു ഏരിയ അപ്പം ഇതിൻ്റെ ഒരു second educational setting child welfare setting corporate setting അപ്പൊ എല്ലാ സെറ്റിങ്ങിലും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ ഇതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് ലിങ്ക് ചോദിച്ചിട്ടില്ല okay so around 24 okay fine അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അറ്റൻഡൻസിന്റെ ലിങ്ക് വരുവാണെങ്കിൽ അതിൽ ചെയ്യാം അല്ലെങ്കിൽ മീറ്റിൽ നമുക്ക് അറ്റൻഡൻസ് എടുക്കാൻ നോക്കാം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേര് number enrolment number and centre അത് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് so we continue with the methods, primary methods, other application of social-based work, other medical setting, family setting, correctional setting, educational setting, child welfare setting, corporate setting, അപ്പോൾ അത്രയും സെറ്റിങ്സ് നമ്മൾ നോക്കുന്നു ദെൻ രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമ്മൾ ഇത്രയുള്ള കേസ് വർക്ക് കേട്ടോ വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ള ഒരു ഐഡിയ ഒന്നേ ഉള്ളൂ ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും കുഴപ്പമില്ല then method two that social group work ആണ് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് മറ്റേത് ആദ്യത്തേത് ഇൻഡിവിജ്വൽ ആണ് വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ ആണ് this is work with groups എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡ് ഇവിടെ ഫൗണ്ടേഷൻ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുക that helps towards the improvement of social functioning of individual അല്ല ഇൻഡിവിജ്വൽസ് സെയിം ആണ് ഡെഫിനിഷൻ ഒക്കെ അല്ലെങ്കിൽ മീനിങ് ഒക്കെ ഏകദേശം സെയിം ആണ് എന്താ സോഷ്യൽ ഫംഗ്ഷനിങ് ഒരു വ്യക്തിയുടെ അല്ല കുറെ വ്യക്തികളുടെ അത് നമ്മൾ കൊണ്ടുപോകുക ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് then it is a method that uses groups as a medium of action ഇവിടെ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം we use group as a medium of action we need a group അത് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി അപ്പൊ അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു then it's a method of social work practice through which individuals are helped in solving their problems and it is also directed towards bringing about desired changes at the individual group and community levels അപ്പോൾ ഒരേ പ്രശ്നമുള്ള ഒരേ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രോബ്ലം ഉള്ള ചില ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണ് ഈ ഒരു മെത്തേഡിലൂടെ അതുവഴിയായിട്ട് അവർ നമ്മളെ അവരെ നമ്മൾ സഹായിക്കുന്നു ടു സോൾവ് ദർ പ്രോബ്ലംസ് അങ്ങനെ അവർ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ലെവലില് ഗ്രൂപ്പ് ലെവലില് ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഡിസൈഡ് ചേഞ്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാ മദേഴ്സിന്റെയും ഒരു പ്രൈം ഫോക്കസ് ആണ് ഈ ഡിസൈഡ് ആയിട്ടുള്ള ചേഞ്ച് അതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത് നമ്മൾ നീഡുകൾ ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലംസ് നീഡുകൾ ഫുൾഫിൽ ചെയ്യാതെ വരുന്ന പ്രോബ്ലംസിനെ പരിഹരിച്ചിട്ട് ഒരു ഡിസൈഡ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി അതൊരു ഡെവലപ്മെന്റ് എടുക്കുന്നു അതെല്ലാം മതേടും ചെയ്യുന്നു ആ ഒരു രീതിയിലാണ് ഇതിന്റെ എല്ലാം സ്ട്രക്ചറിങ് എന്ന് പറയുക സോ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് it is functional at two levels the individuals and the entire group അപ്പം ഗ്രൂപ്പ് വർക്ക് നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെച്ചർമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വശമെങ്കിൽ ഒരു വശത്തിൽ എന്താണ് ഇൻഡിവിജ്വൽ ആണ് രണ്ട് ലെവൽ രണ്ട് തലങ്ങളാണ് ഇതിന് ഇൻഡിവിജ്വലിന്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അയാളുടെയും ഒരു ഫംഗ്ഷനിങ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തത് ഡെഫിനിഷൻ ഗ്രൂപ്പ് വർക്കിന്റെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എഴുത്ത് നടത്തിയിരിക്കുന്നതും ചിന്തിച്ചിരിക്കുന്നതും ഒക്കെ കനോക്ക എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആണ് ഇവിടെ കൊടുക്കുക ഏറ്റവും ബിഗസ്റ്റ് അല്ലെങ്കിൽ most famous popular definition and approach consciously directed toward developing the individuals greatest capacity while relating him to the group and learning when he when he has to contribute and when he has to withdraw ഒരു വ്യക്തിയെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തുന്നു അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നു അയാളെ നമ്മൾ പഠിപ്പിക്കുന്നു മനസ്സിലാക്കുന്നു എന്താണ് whether he has to contribute and whether he has to when he has to withdraw അപ്പൊ അതുവഴിയായിട്ട് നല്ല കുറെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇവന്റെ കപ്പാസിറ്റി നമ്മൾ കൂടുതലായിട്ട് കൂട്ടണം ഒരു ഗ്രൂപ്പിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് നന്നായിട്ട് നമ്മൾ മെച്ചപ്പെടുത്തണം അപ്പം ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് വളരെ കോൺഷ്യസ് ആയിട്ട് ഡിറക്ട് ചെയ്യുന്ന ഒരു അപ്രോച്ച് അതിന്റെ ഡിറക്ഷൻ ഏത് രീതിയിലാണ് തിരിച്ചിരിക്കുന്ന ചോദിച്ചാൽ towards developing the individuals greatest capacity while relating him to the group അവൻ അവനെ തന്നെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തുന്നു പഠിക്കുന്നു എങ്ങനെയാണ് whether he when he has to contribute and when he has to lead to അവൻ്റെ കൊടുക്കാനും ഉണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്നും അവന് വേണ്ടാത്ത കാര്യങ്ങൾ കളയാനും അതുവഴിയായിട്ട് അവന് മാറ്റം മാറുകയാണ് ആ ഗ്രൂപ്പ് മാറുകയാണ് ചെയ്യുക ഒരു വെച്ചമെന്റിലേക്ക് വരിക അതാണ് ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഡെഫിനിഷൻ ഈ കനർക്ക കൊടുത്തിരിക്കുന്നത് അപ്പം according to her it's a method of social work which helps persons to enhance their social functioning through purposeful group experience purposeful ആയിട്ടുള്ള ഗ്രൂപ്പ് എക്സ്പീരിയൻസിലൂടെ ഒരു സോഷ്യൽ ഫംഗ്ഷനിങ് ആര് കൊടുക്കുക എന്നുള്ളത് ഓക്കെ സോഷ്യൽ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ റോൾ പ്ലേ ചെയ്യാനുണ്ട് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് അപ്പം പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എക്സ്പീരിയൻസ് വേണം നമുക്ക് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ ഗ്രൂപ്പ് എന്ന് പറയുക അവിടെ ഒത്തിരി പേരുണ്ട് കുറെ ആൾക്കാരുണ്ട് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കോൺട്രഡിക്ടറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അപ്പം ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നാണ് അതുകൊണ്ടാണ് ഒരു പർപ്പസ്ഫുൾ ഗ്രൂപ്പ് എക്സ്പീരിയൻസിലൂടെ ഒരു സോഷ്യൽ ഫംഗ്ഷനിങ് വ്യക്തികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിങ്ങിനെയാണ് ഈ ഒരു സോഷ്യൽ വർക്കിൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ so here promote interaction and intermixing between individuals we join as members ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നു അവർക്ക് ഒരു ഇന്ററാക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നു അവരൊന്ന് ഇന്റർമിക്സ് ചെയ്യുന്നു ഇല്ലേ ഇപ്പം ഒത്തിരി പലയിടത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ അവരെ മിക്സ് ചെയ്തതാണ് so there one among the group ആ രീതിയിലേക്ക് നമ്മൾ ഇന്റർമിക്സ് ചെയ്യുന്നു lot of learning comes through sharing of experiences and reflecting upon them in a group situations അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറെ ലേണിങ് കൊണ്ടുവരികയാണ് ഒരുപാട് ലേണിങ് സാധ്യതകളുണ്ട് വരുന്ന ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസസ് ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ കാണുന്നത് അതേ പ്രോബ്ലം വേറെ ആൾക്കുണ്ട് അയാൾ എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ മറ്റു രീതിയിൽ കാണുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഈസി ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ എളുപ്പമാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ എളുപ്പമാണ് അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരേ പ്രോബ്ലത്തെ പല രീതിയിൽ പല ആംഗിളിൽ കാണാനായിട്ട് സോഷ്യൽ വർക്കിന് സാധിക്കുന്നു അതിൽ ഉള്ള പങ്കുചേരുന്ന ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് സാധിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസിലൂടെ the members learn to share അവര് പങ്കുവയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും കോപ്പറേറ്റ് ആയിട്ട് സഹകരിക്കാനും അവർ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നു അവര് അതായത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്നു then this type of facilitated learning within group brings for the load of change group work എന്ന് പറയുന്നത് വളരെ കുറേ ചേഞ്ച് കോൺക്രീറ്റിൽ കുറേ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് വളരെ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള learning within group screens for the load of change ഒത്തിരി ഒത്തിരി ചേഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് കൂടിയാണ് ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് then organizations are made up of collectivity of individuals that is groups അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷൻസും ഇൻഡിവിജ്വലിന്റെ കളക്ഷൻ കൊണ്ടാണ് അപ്പൊ ആ കളക്ഷനൊക്കെ നമ്മൾ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത് അല്ലേ അപ്പൊ ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ബി ദയർ അല്ലെങ്കിൽ ഡിവിഷൻസ് വിൽ ബി ദയർ അവിടെ എല്ലാം ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക ഒരു കമ്മ്യൂണിറ്റി ലെവൽ ആയിക്കൊള്ളട്ടെ efforts of small group succeed they are used for building and strengthening people organisations മനുഷ്യനായിട്ട് രൂപപ്പെടുത്തി എടുക്കുന്നതാണ് എപ്പോഴും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് അവന്റെ ഒരു സ്ട്രെങ്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഗ്രൂപ്പ് വർക്കിൽ കൂടി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതാണ് ഇനിയും മെത്തേഡ് ത്രീ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു പോകണം ഇപ്പോൾ ഓൾറെഡി ഇരുത്തേട്ട് കഴിഞ്ഞു അപ്പം കേസ് വർക്കിനോട് വളരെയേറെ സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻസ് ഗ്രൂപ്പ് വർക്കിന്റെ പക്ഷെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ് അത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം problem with individual case work problem with groups same similar individuals എന്നുള്ള രീതിയിൽ ഇനി അടുത്ത കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂസ് ഇവിടെ കമ്മ്യൂണിറ്റി വർക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സോറി ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ സെറ്റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ സെറ്റിംഗ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ especially with the mental health settings psychiatric സെറ്റിങ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം ഡി അഡിക്ഷൻ സെന്റേഴ്സിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് വർക്ക് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് ആൽക്കോളിക് അനോണമസ് ഗ്രൂപ്പ്സിൽ ഇത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് that means sharing of the experiences അത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മോഡ് കൂടിയാണ് അതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ ഗ്രൂപ്പ് വർക്ക് ഒത്തിരി സഹായിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സെറ്റിങ്സിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം സോഷ്യൽ വർക്കിന് ഈ പറഞ്ഞ ഇത്രയും പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവും സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഈ പറയുന്ന മെത്തേഡിന്റെ പ്ലേസ് എന്ന് പറയുന്നത് അതും ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക അടുത്തത് community organisation that is the third primary method അല്ലേ one of the third primary methods എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ community work work with the community എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി വർക്ക് കേട്ടിട്ടുണ്ട് ഇല്ലേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടില്ല but we are organising the community to have development ആണ് ശരിക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തെ അതിനെ എങ്ങനെ സമീപിക്കണം അപ്രോച്ചസ് നമ്മൾ പഠിക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പറയുമ്പോൾ അതിന് അപ്രോച്ചസ് മോഡൽസ് ഒക്കെ നമ്മൾ പഠിക്കും സ്റ്റേജസ് പഠിക്കും അത് വേണ്ട ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിക്കണം അപ്പൊ കമ്മ്യൂണിറ്റി വർക്ക് എന്ന് പറയുമ്പോൾ എന്താ we are enabling the community to have a development to have a development through the community work അപ്പം കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്തുകൊണ്ട് ഏത് മേഖലകളിൽ ഏത് ഏരിയയിലാണ് അവർക്ക് ഡെവലപ്മെന്റ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ അതിനെ മൊബിലൈസ് ചെയ്യുന്നു ഓർഗനൈസ് ചെയ്യുന്നു ആ ഒരു സംവിധാനത്തെ നമ്മൾ എന്ത് പറയുന്നു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അങ്ങനെയുള്ള പ്രോസസ്സിംഗ് ആണ് ശരിക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുക അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് it's a process of mobilising and empowering communities through their institutions organisations groups leaders advocates and volunteers അപ്പം നമ്മൾ എന്താ ചെയ്യുക മൊബിലൈസ് ചെയ്യുന്നു എംപവർ ചെയ്യുന്നു ആരെ കമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെയാണ് എന്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഓർഗനൈസേഷൻസിലൂടെ ഗ്രൂപ്പ്സിലൂടെ അവിടുത്തെ തന്നെയുള്ള ലീഡേഴ്സിലൂടെ അഡ്വക്കേറ്റ്സിലൂടെയും അതുപോലെ വോളണ്ടേഴ്സിലൊക്കെ കൂടി നമ്മൾ കമ്മ്യൂണിറ്റി മൊബിലൈസ് ചെയ്യുന്ന പരിപാടിക്കാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുക അതിന് മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ് ആണ് എപ്പോഴും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ പീപ്പിൾ അവർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോവർട്ടിയിൽ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർ ദേ വർക്ക് ടുഗദർ അതായത് പല തരത്തിലുള്ള പല ജീവിത ആൾക്കാരൊക്കെ വർക്ക് ടുഗദർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ടു ഐഡന്റിഫൈ ദ നീഡ്സ് അവരുടെ നീഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു നെയിം ബേസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി എടുത്തിട്ട് ആ നീഡ് ഫുൾഫിൽ ചെയ്യാനും അപ്പൊ അങ്ങനെ അവരുടെ ഡിസിഷൻസ് ഒക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തെ തന്നെ അവർ ഇംപ്രൂവ് ചെയ്യുന്നു that means to have a better quality in their life to അവരുടെ കമ്മ്യൂണിറ്റിയിൽ എവിടെയാണോ അവർ ജീവിക്കുന്നത് അവിടെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയയാണ് ശരിക്കും ഒരു ലോങ് ടേം പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുക so it's a long term process whereby people who are marginalised or living in poverty work poverty, work together to identify the needs create change exert more influence in the decisions which affect their life and work to improve the quality of their life the communities in which the live അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ മെച്ചപ്പെടുത്തിയെടുക്കുന്ന ഒരു ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ അവർ മെച്ചപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് ഡെഫിനിഷൻ അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ പഠിക്കണമെങ്കിൽ അതിൽ ആദ്യം ഈ ഒരു മേജർ ഐഡിയാസ് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ ഡെഫിനിഷൻസിലും ഈ ഒരു നാല് മേജർ ഐഡിയാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ സിദ്ധിക്കയുടെ ഡെഫിനേഷൻ ഉണ്ട് മുറേജി ദിലോസിന്റെ ഉണ്ട് പിന്നെ കുറെ പേരുടെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് M S T zero zero നയനോ ഉണ്ടാവും അപ്പൊ അതില് പഠിക്കുമ്പോൾ ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട് ആ ഡെഫിനേഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ ഈ നാല് ഡിഫറെന്റ് മേജർ ഐഡിയസ് നമുക്ക് അറിഞ്ഞിട്ട് സാധിക്കും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഐഡിയ ഓഫ് കോപ്പറേഷൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റി വർക്കർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഈ കോപ്പറേഷൻ ഓഫ് മന്ത്രി അല്ലെങ്കിൽ collaboration of people integration of people എന്നൊക്കെ പറയുന്നത് അത് വ്യക്തികളെ മാത്രമല്ല അവരുടെ ആശയങ്ങളെ അവരുടെ ഐഡിയകളൊക്കെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നു കൊളാബറേറ്റ് ചെയ്യുന്നു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അവരുടെ റിസോഴ്സസിനെ കോപ്പറേറ്റ് ചെയ്യുന്നു കൊളാബറേറ്റ് ചെയ്യുന്നു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എല്ലാം ഉണ്ട് idea of cooperation collaboration integration very important major ഐഡിയയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഡെഫിനിഷൻ വായിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും okay the idea of meeting needs second area എന്ന് പറയുന്നത് the idea of meeting needs and of bringing a balance between the needs and the resources. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ വേറൊരു മെത്തേഡ് അല്ല മെത്തേഡായിട്ട് പറയുമ്പോൾ so it bridges the gap between the need and the resources അതായത് കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട് നീഡുണ്ട് ആ ആവശ്യങ്ങളെയൊക്കെ പരിഹരിക്കാൻ പ്രാപ്തമായിട്ടുള്ള റിസോഴ്സസും ഉണ്ട് പക്ഷെ ഇത് രണ്ട് ദൂരത്താണ് രണ്ട് ഇടങ്ങളിലാണ് അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വരുന്നു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നടന്ന മൊത്തം ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഐഡിയയും കൂടി ഇതിലുണ്ട് idea of meeting the needs and of bringing a balance അല്ലെങ്കിൽ gap between the needs and the resource എന്ന് പറയുന്നത് the idea that community organisation deals with programme relationship as contrasted with the direct services of case work and group work case വർക്കിലും ഗ്രൂപ്പ് വർക്കും നമ്മൾ ഡയറക്റ്റ് സർവീസസ് കൊടുക്കുക ബട്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറെ പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ പ്രോഗ്രാം റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് അതിന്റെ സ്റ്റേജസ് സ്റ്റെപ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോം ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അത് ചെയ്തു തീർക്കാനുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഐഡിയ മനസ്സിലാക്കുക broad philosophical concept of community organisation as furnishing a working relationship between the democratic process and specialism ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവും അപ്പോൾ വളരെ വലിയ ഒരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പ്രോസസ് ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മോഡ് ഓഫ് ആക്ഷൻ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുക അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ ഒരു ഐഡിയ ആണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പത്ത് പതിനൊന്ന് പ്രിൻസിപ്പിൾസ് ഉണ്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് ഈ ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇത്രയുമാണ് four major ideas that has to be reflected when we think of the definition എന്ന് പറയുക അപ്പൊ അത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും most popular definition by Murray G Ross okay കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ് community organisation is a process by which a community identifies its needs or objectives അവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട് മനസ്സിലാക്കിയേക്കുക കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് വെച്ചിട്ട് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു കമ്മ്യൂണിറ്റി അതിന്റെ നീഡ്സ് അല്ലെങ്കിൽ ആ നീഡ്സ് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് മാറുന്നത് ഓക്കെ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു കണ്ടെത്തുന്നു തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ orders or ranks these needs or objectives community ഓർഗനൈസേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നീഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു ഏത് ആദ്യം നമ്മൾ നേടിയെടുക്കണം ഏത് ആദ്യം നമ്മൾ മീറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു പിന്നെ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നീഡ്സിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക we have to develop the confidence and to will will to work at these needs എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഏക മനസ്സോടുകൂടി ഇതിനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ഒന്ന് ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അതിവിടെ നടക്കുന്നു പിന്നെ ഈ ഒരു നീഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണമെങ്കിൽ we have to find the resources അത് ഇന്റേണൽ ആവാം എക്സ്റ്റേണൽ ആവാം റിസോഴ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്കൊന്നിട്ട് ഏതൊക്കെ റിസോഴ്സസ് അറിയാമെന്നേ മണി ആൻഡ് മെറ്റീരിയൽ പിന്നെ മാൻ കൈൻഡ് അല്ലേ മാൻ മണി മെറ്റീരിയൽ ഇതാണ് റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ മൂന്ന് റിസോഴ്സസ് അത് ഇന്റേണലോ അല്ലെങ്കിൽ എക്സ്റ്റേണലോ പിന്നെ നോളജ് കുഡ് ബി റിസോഴ്സ് ഒരു വലിയ റിസോഴ്സ് തന്നെയാണ് നോളജ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു പിന്നെ ഈ ഒരു നീഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ ഡീല് ചെയ്യാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഡീല് ചെയ്യണമെങ്കിൽ അതിന് എതിരായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആൾക്കാരുടെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇത്രയുമാണ് ഡെഫിനേഷൻ പറയുക എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ community organisation is a process by which a community identifies its needs or objectives ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തത് orders or ranks these needs or objectives then develop the confidence and the will to work at these needs or objectives and find the resources or internal or external to deal with the needs these needs or objectives takes action in respect to them and in doing so ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴിയായിട്ട് extends and develop cooperative and collaborative attitudes and practices in the community അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിലൂടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അതിന്റെ നീഡ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു അത് പരിഹരിക്കാനായിട്ട് എല്ലാവരെയും ഒത്തൊരുമിച്ച് റിസോഴ്സസ് ഒക്കെ കണ്ടെത്തിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ സോ ആ ഒരു മെത്തേഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണോ ശരിക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് അപ്പം community development and community organisation community work ഈ മൂന്ന് ടേമുകളും വളരെ ബന്ധമുള്ളതാണ് അതുപോലെ തന്നെ ചെറിയ സ്ലൈഡ് ആയിട്ട് ഡിഫറൻസും ഉള്ളവരാണ് അപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ starts with the community work അപ്പൊ പലയിടങ്ങളിലും കമ്മ്യൂണിറ്റി വർക്കാണ് നടക്കുക ചാരിറ്റി ഓർഗനൈസേഷൻ പീരീഡ് തൊട്ട് യു കെയിൽ നടക്കുന്ന ചാരിറ്റി തുടങ്ങിയ എന്താ പറയുക ഇംഗ്ലണ്ടിലെ യു കെയിലൊക്കെ തുടങ്ങിയ ചാരിറ്റി ഓർഗനൈസേഷൻ പീരീഡ് തൊട്ട് അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീസ് തൊട്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇന്ന് നിൽക്കുന്ന ഈ ഒരു ദിവസം വരെ ഉണ്ടെങ്കിൽ അതിൻ്റെതെല്ലാം ഒരു ആസ്പെക്ട് കമ്മ്യൂണിറ്റി വർക്കാണ് തുടങ്ങുന്നത് കമ്മ്യൂണിറ്റി വർക്കാണ് ആർക്കൊക്കെ ഏതൊക്കെ കമ്മ്യൂണിറ്റി വൾണറബിൾ ആയിട്ടുള്ള വീക്കർ സെഷൻസിന്റെ ഡെവലപ്മെന്റ്സിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ചെയ്തത് അത് അത് ഹിസ്റ്ററി പരിശോധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ വന്നു വന്നു വന്നാണ് പ്രൊഫഷണലി നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ കമ്മ്യൂണിറ്റി വർക്ക് ഇൻ ഇന്ത്യ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്നത് പോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു എൻഡായിട്ട് നമ്മൾ വെക്കുന്നു ലക്ഷ്യമായിട്ട് ഒരു പർപ്പസ് ആയിട്ട് വെക്കുന്നു ഒബ്ജക്റ്റീവ് ആയിട്ട് വെക്കുന്നു എന്നിട്ട് എല്ലാ കമ്മ്യൂണിറ്റി വർക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ community work is for community development അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട് community work in India is largely seen as a process of developing local initiatives particularly in the areas of education health agriculture development by matching community needs with available resources simple നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എല്ലാ മേഖലകളിലും ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന എല്ലാ വർക്കുകളെയുമാണ് നമ്മൾ community work to community development എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പുറം രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പം ഓസ്ട്രേലിയ അവരുടെ സോഷ്യൽ വർക്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടേമിനെക്കാട്ടി കൂടുതൽ കമ്മ്യൂണിറ്റി ഓർഗനൈസ് എന്ന് പറയുന്നത് ബട്ട് ഇങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് പറയുന്നില്ല മറിച്ച് അവർ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി വർക്ക് പ്രാക്ടീസസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെയൊക്കെ അവർ വേറെ രീതിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോകും അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയേക്കുക അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഡൻ ചെയ്യുമ്പോൾ ഡെഫിനേഷൻ പ്രോഡൻ ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡ് തന്നെയാണ് ശരിക്കും കമ്മ്യൂണിറ്റി ഡിവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് ഒത്തിരി ഡിഫറൻസസ് ഉണ്ട് അപ്പൊ സിമിലാരിറ്റീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ there is a common philosophical base between community organisation and community development ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ബേസ് ഉണ്ട് രണ്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം കാര്യം രണ്ടും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ വായിച്ചപ്പോൾ പ്രോസസ്സിംഗ് നമുക്ക് മനസ്സിലായി അതിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് തന്നെയാണ് ബട്ട് ഒരു സഡൻ പ്രോസസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മറ്റേതൊരു ഗോയിങ് പ്രോസസ്സാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന് ഇതിൻ്റെതായിട്ടുള്ള മെത്തഡോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ബേസ് രണ്ടിലുണ്ട് രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് both aim to enable people to live a happy and fully developed life രണ്ടുപേരും ആൾക്കാരുടെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ഫുള്ളി ഡെവലപ്ഡ് ലൈഫ് ഉപയോഗിക്കുന്നതിന് രണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് then both have basic faith in the common man and his right to self determination in the framework of society അപ്പോൾ സൊസൈറ്റിയുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു കോമൺ മനുഷ്യന് പൊതുവായിട്ടുള്ള ഒരാൾക്ക് വന്നിട്ട് അയാളുടെ ഒരു റൈറ്റും സെൽഫ് ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ആ ഒരു അധിഷ്ഠിതയിൽ വിശ്വാസത്തിൽ അധി അടി കുറച്ചാണ് ഈ ഒരു രണ്ട് മെത്തേഡും വർക്ക് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത് ഐ മീൻ രണ്ട് കോൺസെപ്റ്റുകളും വർക്ക് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ദെൻ ബോത്ത് ദീസ് ടേംസ് അല്ലെങ്കിൽ both these concepts that give equal emphasis to self help എന്നുമ്പേ പറഞ്ഞില്ല എല്ലാ മദേഴ്സും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ അവരെ തന്നെ അവരെ സഹായിക്കാനായിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സെൽഫ് ഹെൽപ്പിലേക്ക് കൊണ്ടുവരുന്നു and help the people to help themselves to solve their own problems ഇതാണ് അവിടെ പറയുന്നത് ഇനി ഇതിന്റെ ഡിഫറൻസസ് എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യു എസിലൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് that is mostly done in a voluntary basis ചെയ്തുകൊണ്ടിരുന്നു ബട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ അണ്ടർ ഡെവലപ്മെന്റ് കൺട്രീസിലും ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ തന്നെ പ്രോഗ്രാംസിലുണ്ടാകും അത് ലോക്കൽ എൻ ജി ഒസ് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയും പ്രൊവൈഡ് ചെയ്യും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ അങ്ങനെയല്ല അത് എന്ന് പറയുമ്പോൾ ഒരു വോളണ്ടറി ബേസിസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിട്ട് വരും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ largely concerned with the problems of population mobility okay population മൊബിലിറ്റിയിൽ കൺസേൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് problems of the family age children delinquency of unemployment and provision of social security അപ്പൊ ഇത്രയും പ്രോബ്ലംസിനൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അതുമായിട്ട് കൺസേൺ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് community organization whereas community development എന്ന് പറയുമ്പോൾ that is concerned with how to induce people to meet basic human needs അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ഹ്യൂമൻ നീഡ്സ് അതൊക്കെ എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഏരിയ എന്ന് പറയുക അപ്പൊ അത് അതിലാണ് ഡെവലപ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് ബേസിക് നീഡ്സ് അതിന് ഫുഡ് ഷെൽട്ടർ ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള പ്രൈമറി ബേസിക് ഹ്യൂമൻ നീഡ്സ് അവനെ അറ്റൻഡ് ചെയ്യാനായിട്ട് സി ഡി സഹായിക്കുന്നു ബട്ട് സിഒ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറെ problems population mobility problems of family problems of age problems of junior delinquency problems of the unemployment അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും ദെൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അനദർ കൺസേൺ ആണ് എന്ത് സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് meet the problems of other society അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതെന്ന് പറയുമ്പോഴത്തേക്കും സോ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണ് ഒരു പവർഫുൾ ടൂളായിട്ട് നിന്നുകൊണ്ട് ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ അതുവഴിയായിട്ട് ഒരു സൊസൈറ്റിയിലെ ഒരു മാറ്റം ഉണ്ടാക്കുക നമുക്കറിയാം ട്രഡീഷൻസ് ആണ് വലിയ ഒരു ബലം എന്നൊക്കെ പറയുന്നത് at the same time traditional ആയിട്ടുള്ള ചില കാര്യങ്ങൾ അക്സെപ്റ്റബിൾ അല്ല അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം ഒരു സോഷ്യൽ ചേഞ്ച് ആൾക്കാരുടെ ജീവിതത്തിന് യോഗ്യമായ രീതിയിൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫോക്കസ് എന്ന് പറയുന്നത് finally community organization tends uh, to be a process oriented while community development is target oriented അപ്പോൾ കമ്മിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നീണ്ട പ്രോസസ്സായിട്ട് വരുന്നു ബട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനായിട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ഹൈലൈറ്റ്സ് ആണ് അതിന്റെ എല്ലാ എലാബറേഷൻസും നോട്ട്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോട്ട്സിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇനിയും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സോഷ്യൽ വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് പ്രൈമറി മെത്തേഡ് ആക്കിയത് അതുകൊണ്ട് തന്നെയാണ് എന്താണ് കമ്മ്യൂണിറ്റിയിലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ബട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ എൻഡ് ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മീൻ ആണ് മീൻ ടു ദാറ്റ് ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീൻ അതാണ് ശരിക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വല്ല മനസ്സിലായോ എന്റെ പ്രഭാഷണങ്ങൾ ഇവിടെ ഏകദേശം പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകും ഇവിടെ നിന്ന് ഡിസ്കഷന് ചോദിച്ചാലും അധികം ഒന്നും റെസ്പോൺസ് കിട്ടാറില്ല മറിച്ച് കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് so we have to understand that ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് but I think the left covered almost all the important highlights അത് സിലബസിൽ നിന്നുകൊണ്ട് ആ ടെക്സ്റ്റുകളിലെ പേജുകളിൽ കൂടി തന്നെയാണ് ചോദിക്കുന്നത് വിത്ത് സെർട്ടൻ എക്സ്പീരിയൻസസ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓൾറെഡി ത്രീ ഫിഫ്റ്റി ടു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും സംശയങ്ങൾ ഉണ്ടാകാറില്ല ഒന്നെന്ന് പറയുന്നത് എല്ലാം മനസ്സിലായത് രണ്ട് ഒന്നും മനസ്സിലാവാറില്ല നിങ്ങൾ എല്ലാം മനസ്സിലായവരുടെ കൂട്ടത്തിലാണ് ഞാൻ വിചാരിക്കുന്നു ബട്ട് ആദ്യം തുടങ്ങിയപ്പോൾ വേണ്ടി ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ പേരുണ്ടായിരുന്നു ക്ലാസ്സിലെ നോളജിന്റെ ആ ഒരു ദൈർഘ്യം കൂടിയതുകൊണ്ടാണോന്ന് അറിയത്തില്ല അത് നെറ്റ്വർക്കിന്റെ ദൈർഘ്യം കുറഞ്ഞതുകൊണ്ടാണോന്ന് അറിയത്തില്ല അത് പത്തൊമ്പതിലേക്ക് മാറിയിട്ടുണ്ട് anyways I this is not number അല്ല എക്സാക്ട് നമ്പർ എന്ന് പറയുന്നത് more than hundred I think അത്രയും പേരൊന്നും വരുന്നില്ല but anyways happy to see the people regularly കുറച്ച് പേരെ റെഗുലറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹാപ്പി ഫോർ ദാറ്റ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ ദാറ്റ് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത ഒരു സെഷനിലേക്ക് നമുക്ക് പോകണം അത് സെക്കൻഡറി മെത്തേഡ്സ് ആണ് so I think bias on thirteenth മുപ്പതാം തീയതി ടു ടു ഫോറിൽ നമ്മൾ തീർക്കും അപ്പം അങ്ങനെ സീറോ സീറോ വൺ എന്ന് പറയുന്ന ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ അപ്പം ഇതുവരെ പഠിപ്പിച്ചതിൽ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും couple of minutes to go അസൈൻമെന്റ്സിന്റെയും അങ്ങനെയുള്ള കാര്യത്തിന്റെ ഒക്കെ സംശയം കുറച്ചൊക്കെ നിങ്ങൾ ചോദിച്ച് കുറച്ച് പേര് മെയിൽ അയച്ച് ചോദിച്ചു കുറച്ച് പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പോലും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം it is better to contact with the centres respective സെന്റേഴ്സിൽ തന്നെ ചോദിച്ചാൽ റിപ്ലൈ വിൽ ബി ഗിവൻ അതുണ്ടാവും എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ യു ക്യാൻ ഹെൽപ്പ് ചെയ്തോ ഓക്കെ കുഴപ്പമൊന്നുമില്ല സഹായിക്കാൻ മനസ്സുണ്ട് ബട്ട് പരിമിതമാണ് ഇൻ ദ സെൻസ് നമുക്ക് കൃത്യമായിട്ട് എന്നാണ് ഡേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു ചെയ്യാൻ റെഫർ ചെയ്യാണ്ട് പറയാൻ പറ്റത്തില്ല സാർ എന്തെങ്കിലും സംശയം ഉണ്ടോ അറ്റൻഡൻസ് ഉണ്ടല്ലോ എല്ലാവരും സോ ഗൂഗിൾ മീറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ മറ്റൊന്നുണ്ടെങ്കിൽ you can leave no problem it's almost three fifty five ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാൻ വഴിയുണ്ടോ വീഡിയോ ഷെയർ ചെയ്യാൻ ഐ തിങ്ക് സെൻറ്ററിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും അത് ഗൂഗിൾ ഡ്രൈവിൽ ആ ഡോക്യുമെന്റ് ഷെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇത് ഞങ്ങളോട് പറയുന്നത് ബിക്കോസ് എനിക്കല്ല ഇത് സേവ് ആവുന്നത് എനിക്ക് നിങ്ങളെ പോലെ ലിങ്ക് കാണാം നമ്മൾ ലിങ്കിൽ കൂടി കയറുന്നു അവിടെ സേവ് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ ഐ വിൽ ഷെയർ ചെയ്യും വേറെ എന്തെങ്കിലും സാർ നമ്മുടെ അസൈൻമെന്റ്സിന്റെ എം ബി കൂടുതലാണെന്നുണ്ടെങ്കിൽ മെയില് ഓരോ സബ്ജക്റ്റ് ആയിട്ട് അയക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഒരു പി ഡി എഫിലെ പേജസ് അങ്ങനെ സ്കാൻ ചെയ്യുക എന്നിട്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ട് ഓരോ മെയിലായിട്ട് അയക്കുന്നതിന് പ്രശ്നമുണ്ട് ok Vision എല്ലാത്തിലും നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ലെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ്സ് ഇവാലുവേഷൻ ഷീറ്റ്സ് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആൾ ബൈൻഡ് വിട്ടു പോകാതിരിക്കാൻ നോക്കുക സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈൻ എല്ലാത്തിനും അതിന്റെ അതാത് സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ഉറപ്പായിട്ടും ടൊമാറ്റോ ടച്ച് ചെയ്തേക്കണം വേറെ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക അസൈൻമെന്റ് കറക്റ്റ് ലിങ്ക് അയക്കുമോ സർ കോളേജ് സൈറ്റ് അയ്യോ അറിയത്തില്ല അതായത് സെന്ററിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് അസൈൻമെന്റിന്റെ ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം ആര്യ സുരേഷ് നമുക്ക് അതായത് സെന്ററിലേക്ക് അത് നിങ്ങൾ കയ്യിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അസൈൻമെന്റ്സ് എടുക്കുന്നത് ലിങ്കാണോ ചോദിച്ചതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണമെങ്കിൽ നമ്മുടെ ഇഗ്നോയുടെ സൈറ്റിൽ തന്നെ ഉണ്ട് പേരെന്തെങ്കിലും വേറെ വേറെ സൈറ്റ് ലിങ്ക് കാണുന്നുണ്ട് അതേതാണ് അല്ല അസൈൻമെന്റ്സ് വന്നിട്ട് എപ്പോഴും ഏത് സെന്ററിലേക്കാണോ സ്റ്റഡി സെന്റർ ഡിപ്പോൾ സ്റ്റഡി സെന്ററിലെ കുട്ടികൾ ആ സ്റ്റഡി സെന്ററിന്റെ മെയിൻ ഐ അയക്കുക അവിടെ നിന്നും അവര് അതാത് റെസ്പെക്റ്റീവ് സൂപ്പർവൈസേഴ്സിന് അല്ലെങ്കിൽ സബ്ജക്റ്റ് കൗൺസിലറിന് അക്കാഡമിക് കൗൺസിലറിന് കൊടുത്തോളൂ സെൻഡ് ചെയ്തോളൂ ഓക്കെ സൂപ്പർവൈസിങ് സ്റ്റാഫ് എന്ന് പറയുന്നത് അസൈൻമെന്റ് നോക്കാൻ വേണ്ടിയിട്ടല്ല ജേണൽ ഫീൽഡ് വർക്കിന്റെ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് തരാണ് സൂപ്പർവൈസേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് ഓരോ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിരിക്കും അവർക്കായിരിക്കും അസൈൻമെന്റ്സ് പോകുന്നത് റെസ്പെക്റ്റീവായിട്ട് അതിന് പോയിക്കൊണ്ടേക്കും thank you Arya thank you പിന്നെ വേറെ ആരെങ്കിലും വേറെ ഒന്നുമില്ല അപ്പോൾ let see on thirty eight two two four ten bye thank you thank you sir Thank you, sir.